അപ്പം ഓക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള അത് മുഴുവനൊന്നും പഠിപ്പിക്കാൻ സമയമില്ല അതിൻ്റെ ഷോർട്ട് കട്ട് ഞാൻ എന്തായാലും പറഞ്ഞു തരാൻ പോവാണ് അപ്പോൾ ഷോർട്ട് കട്ട് പറഞ്ഞു വന്നിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ടൂൾ വേണമല്ലോ അത് ടൂൾ ഒന്ന് പരിചയപ്പെടുത്തണം ടൂൾ പരിചയപ്പെടുത്താം അപ്പോൾ എന്തായാലും പുതിയതായിട്ടൊരു സ്വഭാവം അറ്റൈൻ ചെയ്യണം അത് റീറ്റൈൻ ചെയ്യണം ബിഹേവിയർ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗുണമായ ബിഹേവിയറിനെ ഉണ്ടാക്കുകയും പ്രതികൂലമായ ബിഹേവിയറിനെ ഇല്ലാതാക്കുകയും വേണം കാരണം നിങ്ങളുടെ ഈ പേപ്പർ തന്നെ ലേണിംഗ് മെമ്മറി അറ്റൻഷൻ ആണ് ഏറ്റവും നല്ല ശതമാനം പഠിക്കാനുള്ളത് എങ്ങനെ ലേൺ ചെയ്യാം എങ്ങനെ റീടൈം ചെയ്യാം എങ്ങനെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാം മെമ്മറി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം ഇങ്ങനെയുള്ള ടെക്നിക്സാണ് അപ്പോൾ അടുത്ത റീഎൻഫോഴ്സ്മെൻ്റ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയോജനമാണ് അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നു ഇപ്പം ഞാൻ പറയണത് വെറുതെ വിശ്വസിക്കുക ഞാൻ ക്ലാസ്സിൽ ചെയ്യിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പല ക്ലാസ്സുകളിലും ചെയ്യിച്ചിട്ടുള്ളതാണ് എങ്കിലും ഞാൻ വീണ്ടും ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് മെർലി എന്ന് പറയുന്ന ആളെ എന്ന് പറയുന്ന ആളാണ് എന്നോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞ അറിയില്ല സാറേ പഠിച്ചിട്ടില്ല നമുക്ക് അതൊന്ന് ആ കുട്ടി മാത്രം ഉത്തരം പറഞ്ഞാലും മതി വളരെ രസകരമായി നമുക്കിതിനെ മനസ്സിലാക്കി തരാൻ പറ്റും മെർലി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ മെർലി അപ്പൊ ഒരു സാമ്പിൾ ആക്കി എടുത്തോണ്ട് സാമ്പിൾ ആക്കി എടുത്തോണ്ട് ഈ ക്ലാസ്സിനെ എല്ലാം ഞാൻ ഇത് പഠിപ്പിക്കാൻ പോവാണ് ഓക്കെ ഈ ഇപ്പൊ ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ള ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ള സ്ലൈഡിലേക്ക് ഒന്ന് കണ്ണോടിക്കുക പത്ത് സ്റ്റിമുലസ് ഉണ്ട് ഇല്ലാത്ത പത്ത് സ്റ്റിമുലസ് ഉണ്ടേ ഇല്ലാത്ത പത്ത് സ്റ്റിമുലസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യിച്ചിരുന്നതാണ് ക്ലാസ്സിൽ കയറാത്തതുകൊണ്ടും വരാത്തതുകൊണ്ടുമാണ് okay I'm giving you time time starts now ഇത് കണ്ണിൽ നിന്ന് വാനിഷ് ചെയ്തിട്ട് മെറലി പറയണം എത്ര എണ്ണം പറയാൻ പറ്റുമെന്ന് പറയണം P X F M N O F T S okay രണ്ടെണ്ണേ പറയാൻ പറ്റുള്ളൂ ഇനി ഇത് വിശദമായിട്ട് ക്ലാസ്സിൽ ചെയ്യിച്ചതാണ് കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഉള്ളവരെല്ലാവരും ഇല്ലാത്തവരെല്ലാവരും കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് അടുത്തത് ഒരെണ്ണം എക്സ്പോസ് ചെയ്യാൻ പോകണം ഇപ്പോഴല്ല വാനിഷ് ചെയ്ത ശേഷം പറയണം Your time starts now. Read, table, toilet, uniform, um, അയ്യോ വിട്ടുപോയി okay no problem you try to assembly assembly പറഞ്ഞോളൂ um, അത്രേ ഉള്ളൂ ഓക്കെ മതി ദിസ് ഗ്രേറ്റ് നിങ്ങൾ ഇത്ര ഇത്ര ഓർത്താൽ മതി ഇവിടെ നോക്കൂ മൂന്നക്ഷരം എൽ കെ ജി മുതൽ പഠിച്ച മൂന്നക്ഷരം കുട്ടിക്ക് രണ്ടെണ്ണേ പറയാൻ പറ്റുള്ളൂ വെറും മൂന്നക്ഷരം രണ്ടെണ്ണേ പറയാൻ പറ്റുള്ളൂ ശരിയാണോ അല്ലയോ അതെ അതെ അത് കഴിഞ്ഞിട്ട് എല്ലാ ഈ അർത്ഥമുള്ളത് വന്നപ്പോൾ എല്ലാ മൂന്നക്ഷരത്തിൽ കൂടുതലുണ്ട് ഒമ്പത് അക്ഷരം വരെയുണ്ട് ടെലിഫോണിന് പക്ഷെ അതിൽ നിന്ന് അഞ്ചെണ്ണം പറയാൻ പറ്റി ശ്രദ്ധിക്കൂ ഒന്നും കൂടി മൂന്നക്ഷരം മാത്രം ഉണ്ടായിരുന്നപ്പോൾ വെറും രണ്ടെണ്ണേ പറയാൻ പറ്റുള്ളൂ എന്നാൽ അർത്ഥമുള്ളത് വന്നപ്പോൾ നാലക്ഷരം മുതൽ ഒമ്പത് അക്ഷരം വരെയുള്ള ഇൻക്രീസിങ് ആയിരുന്നു എല്ലാം വന്നപ്പോൾ അഞ്ച് അഞ്ചെണ്ണം പറയാൻ പറ്റി ഇതിൽ നിന്ന് എന്താ കുട്ടി മനസ്സിലാക്കിയത് ഓർമ്മ ഉണ്ടാവണമെങ്കിൽ എങ്ങനെ പഠിക്കണം മനസ്സിലാക്കി പഠിക്കണം എന്ത് മനസ്സിലാക്കി പഠിക്കണം എന്താണ് അർത്ഥം അർത്ഥം മനസ്സിലാക്കി പഠിക്കണം അർത്ഥം അഥവാ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം ഇനി ഒരു സ്ക്രീനും കൂടി കാണിക്കാൻ പോവാണേ അതും ഇതുപോലെ വാനിഷ് ചെയ്യുമ്പോൾ പറയണം അത് ഒരു ഓർഡറിലാണ് പറയാ സ്കൈ മൂൺ ആകാശത്ത് ചന്ദ്രനുണ്ട് ഷൂവും സോക്സും ഒരുമിച്ചാണ് കിട്ടുന്നത് കിഡ്സ് ടോയ് വെച്ച് കളിക്കുന്നു സ്കൂളിൽ ടീച്ചറുണ്ട് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ബ്ലാക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറുണ്ട് ഇത് ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് ആവും ഇത് ഇത് ഏതെങ്കിലും ഓർഡർ മീൻ ഏതെങ്കിലും പേർ പേരായിട്ട് പറഞ്ഞാൽ മതി ഇന്ന ഓർഡർ പറയണമെന്നില്ല ഇഷ്ടമുള്ള പേരുകൾ പറഞ്ഞാൽ മതി your time starts now you try to memorise now kids toys hospital doctor ക്ഷമിച്ചോളൂ ഓക്കെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓക്കെ സോക്സ് അപ്പോൾ ആരാണ് എക്സ്പോസ് ചെയ്തു സ്കൂള് ടീച്ചർ അല്ല സ്റ്റുഡന്റ് ആണ് ടീച്ചർ ടീച്ചറാണ് പറഞ്ഞു ഓക്കെ ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകുന്നു എക്സ്പോസ് ചെയ്യുന്നു ഇപ്പൊ ഇപ്പൊ ഓർത്തിരിക്കാൻ ശ്രമിച്ചാൽ മതി ഓരോ ഏതെങ്കിലും ഒരു പേർ ഓർഡർ പഠിച്ചാൽ മതി ഇഷ്ടമുള്ള പേര് ഇഷ്ടമുള്ളത് പറയാം ഇപ്പൊ പറയൂ sky moon shoe socks school teacher white black പത്തെണ്ണം പറഞ്ഞാൽ മതി ഓക്കെ വാട്ടവർ ഞാൻ പത്തനെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആദ്യത്തത് ആദ്യത്തേത് എന്തായിരുന്നു ആദ്യത്തത് വെറും മൂന്ന് ലെറ്റർ വീതം ഉള്ളതായിരുന്നു വെറും മൂന്ന് ലെറ്റർ വീതമുള്ള ഇത് രണ്ടെണ്ണേ പറയാൻ പറ്റുള്ളൂ അത് ഒരു പ്രാവശ്യം കൂടി തന്നാലും മൂന്നെണ്ണം പറയുമായിരിക്കും അതുപോലെ മീനിങ് ഫുള്ളായിട്ടുള്ളത് ആയിട്ടുള്ളത് അഞ്ചെണ്ണം പറഞ്ഞു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏഴെണ്ണം എട്ടെണ്ണം പറയും പക്ഷേ അർത്ഥ ബന്ധപ്പെടുത്തുകയും കൂടി ചെയ്തപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം തന്നെ എല്ലാം പറയാൻ പറ്റി ശരിക്കും നല്ല റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം പലപ്പോഴും വീട്ടമ്മമാരൊക്കെ ആയി റീഡിങ് ഹാബിറ്റ് കുറവായിരിക്കും അതാണ് ഇതിനുള്ള കാരണം അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഞായറാഴ്ച ക്ലാസ് എടുത്തിരുന്നു അങ്ങനെ എടുക്കാൻ സമയമില്ല ഇങ്ങനെ ഒരു പ്രോബ്ലം സ്റ്റുഡൻസ് പറഞ്ഞതുകൊണ്ട് പ്രോബ്ലം സോൾവിങ്ങിനെ എങ്ങനെയാണ് learning theory reinforcement theory apply ചെയ്യണമെന്ന് കാണിക്കാൻ നോക്കുക ചെയ്ത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം അറിഞ്ഞു പഠിച്ചാൽ നമുക്ക് നന്നായി ഓർമ്മ നിൽക്കും സമ്മതിച്ചല്ലോ ഓക്കെ ഇനി നമുക്ക് ലോങ് ടൈം മെമ്മറി എന്താണെന്നൊന്ന് മനസ്സിലാക്കാം എന്താണ് long time memory long time memory എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൽക്കാലം ഒരു ടെക്നിക് മാത്രം പറയാം അതിൻ്റെ പേരാണ് എസ് ക്യു ത്രീ ആർ എന്ന technique S Q four R എന്ന് വരെ പറയാറുണ്ട് അതിന് അതിനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യം മാത്രം ഞാൻ പറയുന്നു എന്നിട്ട് നേരെ റീഎൻഫോഴ്സ്മെൻറ്റ് തിയറി ചെയ്യിക്കുന്നു അതായത് നിങ്ങളൊരു പാരഗ്രാഫ് വായിക്കുന്നു പാരഗ്രാഫ് വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കാവൂ എന്ന് ഇപ്പം മനസ്സിലായി ഇനി വായിക്കുമ്പോൾ തന്നെ ചോദ്യം ചോദിച്ച് വായിക്കുമ്പോൾ തന്നെ ചോദ്യം ചോദിച്ച് ഉത്തരം പറയുക അപ്പം ഞാനത് ഈ മെർലി മെർലിക്ക് തന്നെ ഇതൊരു വർക്കായിട്ട് തരികയാണ് വർക്കായിട്ട് മീൻസ് വളരെ സിമ്പിളാണ് ഒരു സാമ്പിളായിട്ട് ഈ പത്തോ ഇരുന്നൂറോ പേരുള്ള ഗ്രൂപ്പിൽ ഒരു സാമ്പിളായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അർത്ഥം അറിഞ്ഞ് വേണം പഠിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ I'm going to talk about five sentences I'm going to talk about cancer cancer is a deadly disease one out of fifteen thousand people are one out of 50,000 people are suffering from cancer. Government is spending 4.5 billion dollars for the treatment. Society should be kind enough to the ailing people. Can Merli reproduce now? പറയാമോ ശ്രമിച്ചു നോക്കിയേ അയ്യോ okay Merly cancer is a deadly disease okay Merly ഇപ്പൊ ഈസി ആയിട്ട് പറയണേ ഞാൻ കാണിച്ചു തരാം I was talking about what subject cancer what type of disease cancer deadly disease what is the percentage of population suffering from Fifty thousand one out of fifty thousand എന്നാണ് ഉദ്ദേശം കുറച്ചെങ്കിലും കിട്ടുന്നുണ്ടല്ലോ how much money the government spending അതെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ശ്രദ്ധിക്കാൻ പറ്റില്ല ശ്രദ്ധിക്കാൻ പറ്റി ആരെങ്കിലും പറയാമോ four point five yes uh, and how the society should behave to the ailing people society should be kind kind അതായത് ഈ മെത്തേഡ് അതായത് ഞാൻ വേറൊരു അഞ്ച് സെന്റൻസ് പറഞ്ഞു ആ അഞ്ച് സെന്റൻസിനെ ചോദ്യ രൂപത്തിൽ ചോദിച്ചപ്പോ ഓർമ്മ വന്നു ശരിയാണോ അല്ലയോ അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ പ്രധാനമായിട്ട് മുഴുവൻ പഠിപ്പിക്കാൻ സമയമില്ല കുട്ടികളെ അതുകൊണ്ടാണ് കാരണം ഇത് എൺപത് മണിക്കൂർ കൊണ്ടാണ് ശരിക്കും ഒരു പേപ്പർ റെഗുലർ കോളേജിൽ ബ്ലെൻഡഡ് ലേണിങ്ങിലൂടെ പ്രോജക്റ്റൊക്കെ ചെയ്യിച്ച് ചെയ്യിക്കുന്നത് നമുക്ക് ആകെ കിട്ടുന്നത് പത്ത് മണിക്കൂറാണ് അത് എങ്ങനെ പഠിപ്പിക്കാനാണ് ഇത്രയൊക്കെ സാധിക്കും അത് തന്നെ പി പി ടി ഒക്കെ ഉള്ളതുകൊണ്ട് സാധിക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കൂ ഇപ്പം എന്ത് പഠിച്ചു എല്ലാ ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാരും എത്ര പേര് കയറിയിട്ടുണ്ടാവും ഈ കയറി കയറിയിട്ടുള്ളവരിൽ നൂറ്റി അറുപത്തഞ്ച് പേരോളം കയറിയിട്ടുണ്ട് ഈ നൂറ്റി അറുപത്തഞ്ച് പേരോളം കയറിയിട്ടുള്ളവരിൽ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ട് ബാക്കിയുള്ള കുറേ പേര് ക്ലാസ്സിൽ വന്നിട്ടില്ല അവരും ഇത് കുറേയൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാവരെയും ഞാനിതെല്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ പഠിപ്പിക്കാറുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് ഇത്ര മാത്രം നിങ്ങളൊന്ന് റീഎൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെ റീഎൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കണം റീഎൻഫോഴ്സ്മെന്റ് തിയറി അനുസരിച്ച് അപ്പോൾ അത് പ്രകാരം മെർലി മെർലി അടക്കം സകല ആൾക്കാരും ഇനി വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി വായിക്കൂ എന്ന് തീരുമാനിക്കുക വായിക്കുന്ന സമയത്ത് ചോദ്യോത്തരം ഉണ്ടാക്കി പഠിക്കാൻ തീരുമാനിക്കുക അപ്പോൾ paragraph S Q three R എന്ന് പറഞ്ഞതാണ് while reading S Q three R S means survey Q means question അടുത്ത ആർ എന്ന് പറഞ്ഞാൽ റീഡ് പിന്നെ അടുത്ത ആറ് റിസൈറ്റ് പിന്നത്തെ ആറ് റിവ്യൂ അപ്പോൾ ഈ റീഡ് എന്ന് പറഞ്ഞാൽ വയൽ റീഡിങ് ആസ് ക്വസ്റ്റ്യൻ അതിപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു ഇനി ഒരു പാരഗ്രാഫിൽ ചെയ്യുന്നതിനാണ് അടുത്ത റീഡ് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത റീഡാണ് റിവ്യൂ എന്ന് പറയുന്നത് അതായത് ഒരു ചാപ്റ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം മനസ്സിൽ ഉണ്ടാക്കി പഠിക്കുക അങ്ങനെ പഠിക്കാവൂ എന്നിട്ട് ഏറ്റവും ടഫായിട്ടാണ് ഈ കുറച്ച് നോട്ട് എഴുതി വെക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കും സോ ഇത് റീഎൻഫോഴ്സ്മെൻ്റ് ആണ് ഈ റീഎൻഫോഴ്സ്മെൻ്റ് പ്രകാരം ഈ തിയറി എന്താ പറയണതെന്ന് നമുക്കൊന്ന് നോക്കാൻ ഈ തിയറിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നോക്കാം തിയറി പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടു അറ്റൈൻമെൻറ്റ് ഓർ അക്വിസിഷൻ പ്രോസസ്സ് ഇപ്പം മെർലിൻ കണ്ടു അറ്റൈൻ ചെയ്യണം എങ്ങനെ അക്വയറി ചെയ്യണം എങ്ങനെയാണ് മെർലിൻ ഇപ്പം കണ്ടതാണ് സോറി ah, മെർലി ഇപ്പം കണ്ടതാണ് അല്ലേ അറ്റൈൻ ചെയ്യണം എങ്ങനെയാണ് കണ്ടു അപ്പം അറ്റൈൻ ചെയ്യണത് പ്രാക്ടീസ് ചെയ്യോ ഇല്ലയോ എന്നാണ് അടുത്ത ചോദ്യം പ്രാക്ടീസ് ചെയ്യാത്തടത്തോളം കാലം ഇതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള തടസ്സം എന്താണ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതിപാദിക്കുന്ന തിയറിയാണ് ഏതാ ലേണിംഗ് തിയറി അത് നമുക്ക് അതിലേക്ക് വീണ്ടും ഒന്നും കൂടി വരാം അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലാവും നീ പെട്ടെന്ന് തീർത്ത് തരാം ഞാൻ ഇത് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇത് ചെയ്യാൻ നീ വളരെ എളുപ്പമാണ് ഓക്കെ നമ്മൾ പറഞ്ഞു അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ അക്വയർ ചെയ്യുക അത് റീടൈൻ ചെയ്യുക അപ്പൊ ഇന്ന് മുതൽ മെർലി മെർലിയും ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന നൂറ്ററുപത്തഞ്ച് പേരും എങ്ങനെ ചെയ്യണം ഇങ്ങനെ പഠിക്കാവൂ അർത്ഥം മനസ്സിലാക്കിയേ പഠിക്കാവൂ വായിക്കുമ്പോൾ തന്നെ ചോദ്യോത്തരം ചോദിച്ചേ പഠിക്കാവൂ അപ്പോൾ എന്ത് പറ്റി ഈ പ്രോബ്ലം സോൾവ്ഡ് ആവുന്നു പിന്നെ ബിഹേവിയർ പ്രൊഡക്ഷൻ പ്രോസസ് ഇപ്പം നാട്ടിലായ നാട്ടിൽ മുഴുവൻ പള്ളിയിൽ ഉത്സവം അമ്പലത്തിലും പള്ളിയിലൊക്കെ ഉത്സവം എല്ലാം നടക്കാം ഇപ്പം ഈസ്റ്റർ വരുന്നു എല്ലാം ദൈവമൊക്കെ നമുക്ക് വേണം എല്ലാം വേണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ചണ്ടപ്പുറത്ത് കോലു വെച്ചിടത്തൊക്കെ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പഠിത്തം നടക്കൂല ഞാൻ പറഞ്ഞു ശരിയല്ലേ മനസ്സിലാവുന്നുണ്ടോ പഠിക്കാൻ തീരുമാനിച്ചാൽ എന്ത് വേണം പഠിക്കാൻ അതിനു വേണ്ടി ഇരിക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ തയ്യാറാവണം അങ്ങനെ തയ്യാറാവാത്തിടത്തോളം കാലം നോബഡി ക്യാൻ ഹെൽപ്പ് യു അപ്പോൾ എന്ത് വേണം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കണം ഇതിന് അറ്റൻഷൻ്റെ ഒരു കാര്യം ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഫലമായിരിക്കും റീഎൻഫോഴ്സ്മെൻറ്റ് ഈ റീഎൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ ചെയ്യും എന്നുള്ളതിന് മുൻപ് പാവലോവ് എന്ത് പറഞ്ഞു എന്ന് നോക്കാം നമുക്ക് പാവലോവ് എന്ത് പറഞ്ഞു എല്ലാ ബിഹേവിയറും പഠിച്ചുണ്ടാക്കണതാണ് ഇപ്പൊ നിങ്ങളെ ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു ഒരു ബിഹേവിയർ പഠിപ്പിച്ചുണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇതനുസരിച്ച് കുത്തിയിരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക പക്ഷേ അങ്ങനെ ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും പക്ഷെ എന്ത് പറ്റും spontaneous recovery of your learned behaviour പഠിച്ച സ്വഭാവം വീണ്ടും തിരിച്ചു വരും എങ്ങനെയാ ഇതുവരെ പഠിച്ചിട്ടുള്ളത് പരീക്ഷയുടെ ദിവസം എന്തെങ്കിലും കുത്തിയിരുന്ന് പഠിച്ച് പ്രായിക്കൊണ്ട് പഠിച്ചു പോയി പരീക്ഷ എഴുതാം എന്തെങ്കിലും അവിടെ ഇവിടെ ഇരുന്ന് നോക്കും ഇതുപോലെ അർത്ഥം മനസ്സിലാക്കിയും എസ് ക്യു ത്രീ ആർ ചോദ്യം ചോദിച്ച് ഉത്തരം ഉണ്ടാക്കി പഠിക്കണ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് പഴയതിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെന്താ നമ്മൾ ന്യായീകരിക്കും ഓ എന്ത് വേണം ഇപ്പം എല്ലാ പരീക്ഷയും ഇത്തവണ ജയിച്ചിട്ട് മൂന്നെണ്ണം എഴുതാം അല്ലെങ്കിൽ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ മൂന്നെണ്ണം എഴുതിയാൽ മതി എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു എന്നാൽ നല്ല അർത്ഥത്തിലാണ് മൂന്നെണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞത് ഒരിക്കലും ഡിസ്കറേജ് ചെയ്യാനോ യൂണിവേഴ്സിറ്റി റൂളിനെ ഇതാക്കാനല്ലേ പറഞ്ഞത് കുറേ കുട്ടികൾ പരാതി പറഞ്ഞു സാറേ ആറ് പേപ്പർ എങ്ങനെ ഞങ്ങൾ പഠിച്ചു എഴുതും ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ വർഷം നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം മൂന്നെണ്ണം എഴുതുക മൂന്നെണ്ണം അടുത്ത ആറ് മാസം കഴിഞ്ഞ് എഴുതുക അടുത്ത കൊല്ലം എന്താ നിങ്ങൾക്ക് മൂന്ന് പേപ്പറേ പഠിക്കാനുള്ളൂ അപ്പോഴാണ് എല്ലാവരും അത്രയും മൂന്ന് പേപ്പറേ ഉള്ളൂ ശരി അടുത്ത കൊല്ലം മൂന്ന് പേപ്പറേ പഠിക്കാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ മൂന്ന് മൂന്ന് മൂന്നായിട്ട് എഴുതി രണ്ട് കൊല്ലം കൊണ്ട് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് പ്രോജക്റ്റ് ഇന്റേൺഷിപ്പും വരും അത് ചെയ്യാവുന്നതുള്ളൂ ഇറ്റ്സ് ആർ പോസിബിൾ അപ്പോൾ ഞാൻ പക്ഷെ നിങ്ങൾ ജനറലൈസ് ചെയ്യും ഓ എല്ലാവരും ഒന്നും പഠിക്കണമെന്നില്ല രണ്ടും മൂന്നും കൊല്ലം കൊണ്ടൊക്കെ എല്ലാവരും ജയിക്കണേ ഞാനും അങ്ങനെ മതി ഇതാ പാവലോ പറഞ്ഞത് ജനറലൈസ് ചെയ്യും പക്ഷേ പാവലോവ് റെഡ് ലൈറ്റിലേക്ക് നോക്കാൻ പറയുന്നു നല്ല ട്രാഫിക്കിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റെഡ് ലൈറ്റ് കണ്ടാൽ നമ്മൾ നിർത്താൻ കാരണം എന്താ പിന്നെ ഓടിച്ച അപകടം ഉണ്ടാവും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ചണ്ടപ്പുറത്ത് വെച്ച സ്വഭാവം സിനിമ അമ്പലത്തിൽ പോക്ക് പള്ളിയിൽ പോക്ക് പള്ളി പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ കാലത്ത് പോലെ വൈകുന്നേരം പള്ളി തന്നെ ഇരിക്കും ഈസ്റ്ററാണ് ആ പെരുന്നാളുണ്ട് ഈ പെരുന്നാളുണ്ട് ആ വിശേഷമുണ്ട് നടക്കില്ല കുട്ടികളെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം താൽക്കാലികമായിട്ട് മാറ്റിവെക്കണം നമുക്ക് വീണ്ടും ഇങ്ങനെയുള്ള ഫംഗ്ഷനിലൊക്കെ വീണ്ടും പോകാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാം ക്ലാസ്സിൽ വന്ന് ചോദിച്ചപ്പോഴും ഞങ്ങൾക്ക് വീക്ക് ഡേയിൽ എന്തെങ്കിലുമൊക്കെ ക്ലാസ് തരാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലീവ് കിട്ടില്ല ലീവ് എടുക്കണം നിങ്ങൾക്ക് സുഖമില്ലാണ്ട് വന്നാൽ ലീവ് എടുക്കില്ലേ അതുപോലെ ലീവ് എടുക്കണം എടുക്കാതെ പറ്റില്ല കഷ്ടപ്പെടാതെ പറ്റില്ല അങ്ങനെയൊക്കെയാണ് എല്ലാവരും പഠിക്കുന്നത് ഇനി ഇനി റീഎൻഫോഴ്സ്മെന്റ് തിയറി സെക്കൻഡ് ഉള്ള അറിയാമോ സ്കിന്നറിന്റെ തിയറിയാണ് സ്കിന്നർ തിയറിയുടെ തിയററ്റിക്കൽ വർക്കൊന്നും പഠിപ്പിക്കാൻ എനിക്ക് സമയമില്ല പക്ഷേ സ്കിന്നറിന്റെ ഇത് ഞാൻ പഠിപ്പിക്കാൻ പോവാണ് സ്കിന്നർ എന്താണ് റീഎൻഫോഴ്സ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് സ്കിന്നറിൻ്റെ reinforcement schedule re reinforcement schedule എന്ന് പറഞ്ഞതാണ് ഫിക്സ്ഡ് റേഷ്യോ ഇങ്ങനെ നിങ്ങൾ വായിക്കേണ്ടത് എങ്ങനെയത് fixed ratio fixed ratio fixed interval variable ratio variable interval ഇങ്ങനെ വേണം വായിക്കാൻ അത് ഏകദേശം ഐഡിയ മനസ്സിലായോ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് മാത്രം ഇപ്പം പറയണത് fixed ratio fixed interval variable ratio variable interval ഇത് മനസ്സിലായോ ഇങ്ങനെ വായിക്കാൻ പഠിച്ചോ ഇങ്ങനെ വായിക്കാൻ എങ്കിൽ ഫിക്സ്ഡ് റേഷ്യോ എന്ന് പറയുന്നതാണ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്ക് സമയത്ത് തീർക്കുക എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഡയറി എടുക്കുക ഇന്ന് ഇത്ര ദിവസം നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ളൂ രണ്ടര മാസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് ബാക്കി എല്ലാ പരീക്ഷയും തീരാനായിട്ട് ഏഹ് രണ്ടര മാസം നിങ്ങൾക്ക് ബാക്കിയുള്ളൂ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ബിഹേവിയർ കണ്ടീഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പാവലോവിൻ്റെ ഞാൻ പറഞ്ഞു ഇപ്പോൾ വിശദമായിട്ടൊന്നും പറയാൻ സമയമില്ല ഇപ്പം തന്നെ അരമണിക്കൂറായി അതുകൊണ്ടാണ് അവിടെ ഫിക്സ്ഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന് കിടക്കാൻ നേരത്തെ ഇന്നത്തെ കൂടി നിങ്ങളുടെ ഈ ക്ലാസ് കഴിഞ്ഞല്ലോ ഇന്ന് കിടക്കാൻ നേരത്തെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നാളെ എന്ന് പറഞ്ഞ ദിവസം ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അപ്പൊ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡയറി നിങ്ങൾ ഇന്ന് എഴുതി വയ്ക്കുക സീരിയൽ നമ്പർ എന്ന് എഴുതുക നിങ്ങളൊരു പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ചോളൂ സീരിയൽ നമ്പർ അടുത്ത കോളം ഒരു കോളം സീരിയൽ നമ്പർ അടുത്ത കോളം സബ്ജക്റ്റ് സോറി <coughs> അടുത്ത കോളം സബ്ജക്റ്റ് അടുത്ത കോളം ടോപ്പിക് അപ്പൊ സീരിയൽ നമ്പർ സബ്ജക്റ്റ് ടോപ്പിക് ഇങ്ങനെ കോളം വരയ്ക്കുക അതിൻ്റെ അടുത്ത് അല്ലെ ബി ബി ബിഫോർ ബെഡ് എന്ന് എഴുതുക കാരണം നിങ്ങൾ എന്നോട് ഇന്നലെ രണ്ട് കുട്ടികൾ വാട്സപ്പിൽ ചോദിച്ച കാര്യമാണ് പ്രോബ്ലം സോൾവിങ്ങിന് എങ്ങനെയാണ് സാറേ ഈ ലേണിംഗ് തിയറി ഉപയോഗിക്കുന്നത് അതാണ് ഇപ്പം നിങ്ങളുടെ പരീക്ഷ എന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയുന്നത് ഇത് കൂടുതൽ എങ്ങനെയാ സിമ്പിൾ എക്സാമ്പിൾ പറയാം ഇപ്പം ബിഫോർ ബെഡ് എന്ന് പറഞ്ഞാൽ അടുത്ത കോളം ബി ബി എന്ന് എഴുതുക ബിഫോർ ബെഡ് എന്നതിനർത്ഥം അതും വരയ്ക്കുക അതിനടുത്ത ഒരു കോളം കൂടി മാത്രം ഉണ്ടാക്കുക അതുകൂടി മതി next day morning N D M next day morning എന്ന് എഴുതുക അപ്പൊ എത്ര കോളായി നമുക്ക് സീരിയൽ നമ്പർ ആയി സബ്ജക്റ്റ് ആയി ടോപ്പിക് ആയി ആ serial number subject topic before bed next day morning അഞ്ച് കോളായി ഇനി അഞ്ച് കോളത്തിൽ ഇന്ന് രാത്രി കിടക്കാൻ നേരത്തെ നിങ്ങൾ ഇങ്ങനെ ഒരു കോളം വായിക്കണം എങ്ങനെ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേജിൽ നിങ്ങൾ വരച്ചു വെക്കുക വരച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോടോ സ്പൗസിനോടോ മക്കളോടോ ആരോടോ പറയുക സാർ ഇങ്ങനെ ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് പറഞ്ഞു മക്കളും അത് കണ്ടുപഠിക്കട്ടെ അവരും പഠിക്കും അപ്പൊ നിങ്ങൾ എന്ത് എഴുതി വെക്കണം ഡയറിയിൽ നിങ്ങളുടെ പരീക്ഷ ആര് മോണിറ്റർ ചെയ്യാം നിങ്ങൾ എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് മോണിറ്റർ ചെയ്യാൻ നിങ്ങൾ തന്നെ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പേപ്പറാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ തീരുമാനിച്ചിട്ടില്ല മൂന്നോ നാലോ പേപ്പർ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് എഴുതുക എന്നിട്ട് ഒന്ന് കോഗ്നേറ്റീവ് സൈക്കോളജി ടോപ്പിക് അതിലെന്താണ് okay memory and learning memory and learning ഇനി ബിഫോർ ബെഡ് അതായത് സീരിയൽ നമ്പർ എഴുതി സബ്ജക്റ്റ് എഴുതി ടോപ്പിക് എഴുതി ഇനി ബിഫോർ ബെഡ് നിങ്ങൾ ഇങ്ങനെ എങ്ങനെ പഠിക്കണം ലേണിംഗ് ആൻഡ് മെമ്മറി എങ്ങനെ പഠിക്കണം വാക്കിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി ചോദ്യോത്തര പ്രകാര ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന പോലെ പഠിക്കണം അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യാം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ടിക്ക് വെറുതെ വായിച്ചാൽ പോരാ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്യാം അങ്ങനെ ഇപ്പം മൂന്ന് പേപ്പർ എഴുതുന്നത് നോക്കിയാൽ മൂന്ന് പേപ്പറും അങ്ങനെ എഴുതുക സ്റ്റാറ്റിസ്റ്റിക്സോ വാട്ടവർ ഏതും ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം ഇനി ആറും എഴുതണമെങ്കിൽ ആറും ഞാൻ ആറും എഴുതാൻ തന്നെ പറയുള്ളൂ പക്ഷേ കുട്ടികൾ ഇങ്ങനെ പഠിക്കാൻ പാടാണല്ലോ മാർക്ക് കുറയൂലേ അങ്ങനെയൊക്കെ പറഞ്ഞു ഒന്നും പഠിക്കുമോ നിങ്ങൾക്ക് ഒരിക്കലും വർഷം നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അത് പ്രോബ്ലം സോൾവിങ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ടിക്ക് ചെയ്യാം അങ്ങനെ ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി കോഗ്നേറ്റീവ് സൈക്കോളജിയിൽ ലേണിംഗ് ആൻഡ് മെമ്മറി നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയ ചോദ്യോത്തരം ചോദിച്ച് പഠിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ബോധ്യമായി അതുപോലെ തന്നെ വേറെ രണ്ട് സബ്ജക്റ്റ് ഫോർ എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യമായി സപ്പോസ് നിങ്ങൾക്ക് പല തിരക്ക് കാരണം ഗസ്റ്റ് ഉണ്ട് അതുണ്ട് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല സുഖമില്ലായിരുന്നു അതുകൊണ്ട് സോഷ്യൽ സൈക്കോളജി എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല നിങ്ങൾ വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ ടിക്ക് ചെയ്യുന്നതിന് പകരം ഒരു ക്രോസ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരത്തെ എന്ത് മനസ്സിലായി നിങ്ങൾ ബാക്കി സബ്ജക്റ്റ് ഒക്കെ ഉദ്ദേശിച്ചിടത്തോളം നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ലേണിംഗ് മെമ്മറി ആണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആണോ പഠിക്കുന്നത് നിങ്ങളെ തീരുമാനിക്കണ്ടേ ആരും മോണിറ്റർ ചെയ്യാനില്ല നിങ്ങൾ ഉദ്ദേശിച്ച പോലെ സോഷ്യൽ സൈക്കോളജി പഠിച്ചില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ അർത്ഥമാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നേരത്തെ എണീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് ഡേ മോർണിംഗ് നേരത്തെ എണീറ്റ് വെറുതെ ടിക്ക് ചെയ്താൽ പോലെ പഠിച്ചിട്ട് ടിക്ക് ചെയ്യണം ഇങ്ങനെ പഠിച്ചാൽ അതാണ് ഫിക്സ്ഡ് റേഷ്യോ അങ്ങനെ പഠിക്കുന്നതിനാണ് എന്ത് പറയുന്നു ഫിക്സ്ഡ് റേഷ്യോ എന്ന് പറയുന്നു പിന്നെ ഫിക്സ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഒരു വീക്ക് ഹോളിഡേ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഹോളിഡേ ഉണ്ട് ആ ഹോളിഡേ ഈ കഴിഞ്ഞ ആഴ്ച പഠിച്ചതൊക്കെ ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യുക അതിൻ്റെ അടുത്ത ആഴ്ചയും നിങ്ങൾ ഇതുപോലെ ചെയ്യുക അടുത്ത രണ്ടാഴ്ച വരുമ്പോൾ ശനി ഞായർ റിവൈസ് ചെയ്യുക കുറേ കുറേ കൂടി ആയി കഴിയുമ്പോൾ ശനി ഞായർ റിവിഷൻ ആവാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും ഒരു ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുമോ ഇല്ലയോ വരും വരും ഇതുപോലെ പഠിക്കാനാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല ഇതുപോലെ പഠിക്കണം എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ ഇങ്ങനെ പഠിക്കുന്നതാണ് റീഎൻഫോഴ്സ്മെന്റ് തിയറി റീഎൻഫോഴ്സ്മെന്റ് ടെക്നിക് എന്ന് പറയുന്നത് I hope you are clear അതുപോലെ തന്നെ വേരിയബിൾ റേഷ്യോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മെത്തേഡ് അല്ലാതെ വേറെ പുതിയ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിച്ചുകൂടെ പഠിക്കാം ഇനി അപ്പ തോന്നുന്ന ഒരു മെത്തേഡ് പരീക്ഷയുടെ തലേ ദിവസം പെട്ടെന്ന് തോന്നുന്നൊരു മെത്തേഡ് അതൊക്കെ നിങ്ങളെ കണ്ടുപിടിക്കേണ്ടത് വിശദമായിട്ട് കണ്ടുപിടിക്കാനും പറഞ്ഞു തരാനും എനിക്ക് സാധിക്കുമായിരുന്നു പക്ഷെ സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പം റീഎൻഫോഴ്സ്മെന്റ് തിയറിയിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങളുടെ പരീക്ഷ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും ഇതുപോലെ മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് ബൈബിളിൽ പറഞ്ഞേക്കണ പോലെ നിങ്ങൾക്ക് ഏത് പ്രോബ്ലത്തിനെയും കൃത്യമായ ഇൻറ്റൻസിറ്റിയിൽ കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്തി ചെയ്യാൻ കഴിയുമെന്നാണ് പാവലോമൻ്റെ തിയറിയും എറിക്സന്റെ സോറി അപ്പൊ ഇതേ ഇതേ ഇന്റൻസിറ്റിയോട് കൂടി ഇതേ ഇന്റൻസിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഏറ്റവും ഇത്തിരി ടഫായിട്ടുള്ള ഇനിയുള്ളതൊക്കെ ഇത്തിരി ടഫും ബോറിങ്ങും ആണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മീൻ എൻ്റെ റെഗുലർ ക്ലാസ്സുകൾ നിങ്ങളും കണ്ടതാണ് ഗ്രൂപ്പിലൊക്കെ ഇഷ്ടംപോലെ അപ്രീസിയേഷൻ ഇട്ടേക്കണത് അത് ആ അത് ലൈവായിട്ട് ക്ലാസ്സിൽ വന്ന് എടുക്കണ പോലെ ഇതിൽ എടുക്കാനായിട്ട് പാടാണ് നിവൃത്തിയില്ല അതിൽ തന്നെ ടോപ്പിക്കും മാറി ടോപ്പിക്കുകളൊക്കെ ടഫായിട്ടുള്ള ബ്രെയിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായി തന്നെ പലർക്കും മനസ്സിലാവില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് എടുക്കാൻ പോകണം മെഷർമെൻ്റ് ഓഫ് ഇൻ്റലിജൻസ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ് പക്ഷെ ഞാൻ ഏറ്റവും നല്ല സ്ലൈഡാണ് നിങ്ങൾക്ക് ഇട്ടേക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആ സ്ലൈഡ് അപ്പോൾ ഇതേ ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ കേൾക്കാനും ഗ്രഹിക്കാനും തയ്യാറാവുക മെഷർമെന്റ് ഓഫ് ഇൻ്റലിജൻസ് ഇത് ഞങ്ങൾക്ക് ഇന്ന് ഇന്നലെ ബാസ് തിയറി അടക്കം അപ്ഡേറ്റ് ചെയ്ത ഇൻ്റലിജൻസ് തിയറിയും ഇന്നത്തെ അല്ലാതെ ഞാൻ ഇന്ന് രാത്രി പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെയെങ്കിലും ഞാൻ ഷെയർ ചെയ്തോളാം എനിക്ക് അത്രയും ക്ലിനിക്കുണ്ട് ഉണ്ട് അപ്പോൾ എന്താണ് ഇന്റലിജൻസ് എന്തൊക്കെ വേണ്ടി ഉപയോഗിക്കും പ്ലേസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കും എന്താ പ്ലേസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും ഇനി പക്ഷേ ഇത് കേട്ടിട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കില്ല എന്താ പ്ലേസ്മെന്റിന് വേണ്ടി അത് പണ്ട് ഉപയോഗിച്ച് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാമോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കുറച്ചൊക്കെ ഇൻട്രാക്റ്റീവ് ആയിക്കോട്ടെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പ്ലേസ്മെന്റിന് വേണ്ടി ആദ്യ ആദ്യമായിട്ട് ഇന്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിച്ച് എപ്പോഴാണ് സെക്കൻഡ് വേൾഡ് വാറിൽ ആൽഫ ടെസ്റ്റും ബീറ്റ ടെസ്റ്റും എന്താ ആൽഫ ടെസ്റ്റും ബീറ്റ ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഷോർട്ട് നോട്ട് ചോദിക്കണം അതായിരിക്കും alpha test and beta test എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് അക്ഷരാഭ്യാസമുള്ളവർക്ക് ഒന്ന് അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് ഓക്കെ അപ്പോൾ പ്ലേസ്മെൻറ്റിന് വേണ്ടി ഇപ്പോൾ ബാങ്ക് ടെസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് ഇതേ ഇൻ്റലിജൻസ് ടെസ്റ്റാണ് അതുപോലെ ഫ്ലൈറ്റ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പൈലറ്റ് ആവാൻ ഉള്ള ടെസ്റ്റിൽ പലതരം ടെസ്റ്റുകൾ തിരിച്ചു മറിച്ചുവിടും അതിൽ കുറേ ഉണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും ഉദാഹരണമായിട്ട് അതിൽ അറൈവ് ചെയ്യുന്ന ഒരു ഇത് ഒരാൾ എപ്പോഴെങ്കിലും കാർ ഓടിക്കുമ്പോൾ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയണേ ടെസ്റ്റുകളുടെ മെത്തേഡൊക്കെ പിന്നീട് മാറി എപ്പോഴെങ്കിലും കാർ ഓടിക്കുമ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടോണ്ട് മുമ്പിലേക്കാണെന്ന് കരുതിയിട്ട് വണ്ടി എടുത്തോ എന്നിട്ട് പെട്ടോ അത് ഒരാളുടെ ഈ ഈ ഇപ്പോൾ ബാങ്കിലെ clerical and numerical aptitude test ചെയ്യുന്നത് പോലെ ഫ്ലൈറ്റ് ഓടിക്കാനുള്ള പൈലറ്റിൻ്റെ ടെസ്റ്റിന് അത്തരത്തിലുള്ള ടെസ്റ്റുകളെ ആയിരിക്കും ചോദിക്കുക അപ്പോൾ എന്തായാലും പ്ലേസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം സ്ക്രീനിങ് ഒരാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനായിട്ട് സ്ക്രീൻ ചെയ്യും അതായത് മിനിമം ഒരു നയൻറ്റി എങ്കിലും ഐക്യം ഉള്ള ഒരാളാണ് വേണ്ടത് അവരെ സ്ക്രീൻ ചെയ്യണം അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഐക്യം ഉള്ള ആൾക്കാരെ മാത്രമേ ജോലിക്ക് എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അവരെ സ്ക്രീൻ ചെയ്യാൻ ഉപയോഗിക്കും ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എക്സെപ്ഷനാലിറ്റി ചിലപ്പോൾ അത്രയധികം ഒരു പർട്ടിക്കുലർ ഇന്റലിജൻസ് ടെസ്റ്റ് അറ്റൻഷൻ വേണ്ടതാണെന്ന് വിചാരിക്കുക അറ്റൻഷൻ കൂടി വേണ്ട ഇന്റലിജൻസ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ എക്സെപ്ഷനാലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കും ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അപ്പോൾ ഇഷ്ടം പോലെയുണ്ട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാട്ടിയ ഇന്റലിജൻസ് ബാറ്ററി ചെയ്യാനുണ്ട് നല്ല രസമാണ് അതിൻ്റെ ഭാഗം ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് കുറച്ച് നൗ ഇൻ്റലിജൻസ് ടെസ്റ്റ് വേഗം എടുത്ത് പോകാനേ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ തീരൂല തീർന്നില്ലെങ്കിലും ഞാനിതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരും intelligence is measured through psychological test അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇപ്പം ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ ഇത് ബാക്കി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ ബുക്കിൽ നിന്ന് എടുത്തേക്കുന്നതല്ല പക്ഷേ ഇതൊക്കെ തന്നെയാണ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് the intelligence test measures intelligence as it is defined എന്താണ് the ability to solve problems or to create products that are valued within one or more cultural setting ഏത് കൾച്ചറൽ സെറ്റിംഗിൽ ജീവിക്കുന്ന ആളാണെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാനും പുതിയതായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും കഴിയുന്നവരെ മാത്രമേ ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞു ക്ലാസ്സിൽ വന്ന് സാറേ ഇതെങ്ങനെ പഠിക്കും നിങ്ങൾ മൂന്നെണ്ണം എഴുത് അപ്പം തന്നെ കുറേ കുട്ടികൾ ഇവിടെ ശരിയാണല്ലേ അടുത്ത ആറ് മാസം എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടമൊന്നും വരുന്നില്ല പക്ഷെ ഞാൻ പറയുന്നു എങ്ങനെയെങ്കിലും ആ അസൈൻമെന്റ് ആരാണോ സബ്മിറ്റ് ചെയ്യുക കാരണം ആ ജോലി അതോടുകൂടി അങ്ങോട്ട് കഴിഞ്ഞു അതാണ് ഇന്റലിജൻസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കണം ഈ അസൈൻമെന്റും കൂടി തീർക്കില്ല എന്ന് വാശി പിടിക്കുന്നത് തെറ്റാണ് അസൈൻമെന്റെങ്കിലും എഴുതി കൊടുക്കുക അപ്പോൾ ബാക്കി അസൈൻമെന്റ് മാർക്ക് അവിടെ പെർമനന്റ് ആയിട്ട് കിടന്നോളും ഓരോന്നോരോ ഇവന്റ് ആയിട്ട് കാണാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്റലിജൻസ് എ കൺസ്ട്രക്ട് അപ്പോൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ബ്രെയിനിൽ ബ്രിക്കും മോട്ടറും വെച്ച് പണിതിരിക്കുന്ന പോലെ തന്നെ ഒരു ഇന്റലിജൻസിന്റെ ബ്ലോക്കുകളാണ് അതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് and the test includes items to assess the capacity which has been included in the operational definition of the concept details നമ്മൾ പറഞ്ഞു assess the capacity solve the problem and create product a capacity intelligence does calculate a person's intelligence quotient IQ ഇന്നലെ ഒരു സുഹൃത്ത് the ചോദിച്ചതാണ് സാറേ എനിക്ക് M A by C A into hundred മനസ്സിലായില്ല എം എ എന്ന് പറയണത് എന്താണ് മെന്റൽ ഏജ് അത് ഏതെങ്കിലും തരത്തിലുള്ള പല ടെസ്റ്റുകൾ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടും ഒരു ടെസ്റ്റ് ഏതെങ്കിലും ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ ആ ടെസ്റ്റ് തരുന്ന റിസൾട്ടാണ് M A by C A എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജ് ഈ ക്രോണോളജിക്കൽ ഏജ് സ്റ്റാൻഡേർഡ് പതിനഞ്ചാണ് എടുക്കുന്നത് കാരണം എന്താ ബ്രെയിൻ അപ്പം മെച്ചുവേർഡ് ആയി എന്നുള്ളതാണ് അതിനർത്ഥം ഓഫ് കോഴ്സ് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് കൊടുക്കേണ്ട ടെസ്റ്റ് ആണെങ്കിൽ ആ ഏജ് മാറ്റും അതുപോലെ തന്നെ ചില ടെസ്റ്റുകൾ ചില ഇപ്പോൾ ഉദാഹരണമായിട്ട് റാവൻസ് പ്രോഗ്രസീവ് മാട്രൈസസ് അതിൻ്റെ ഇൻവെൻറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇരുപത്തിരണ്ട് വരെ പോകാം അപ്പോൾ ഇരുപത്തിരണ്ട് വരെ മാക്സിമം എടുക്കുകയുള്ളൂ എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മാത്സ് നന്നായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ ഇത് പറയുമ്പോൾ മനസ്സിലാവും M A by C A into hundred M A എന്ന് പറയുന്ന മെൻ്റൽ ഏജ് ആണ് ഡിവൈഡഡ് ബൈ പതിനഞ്ച് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ എൻ എം എ എന്ന് പറയുന്നത് എൻ ആയിട്ട് കരുതുക എൻ ബൈ പതിനഞ്ച് ഇൻറ്റു ഹൺഡ്രഡ് എടുത്താൽ എത്രയാ കിട്ടുക എൻ ബൈ തൊണ്ണൂറ് ഇൻറ്റു ഹൺഡ്രഡ് എടുത്താൽ എത്രയാ കിട്ടുക നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും ഏജ് കൂടുന്തോറും ഇൻ്റലിജൻസ് കുറഞ്ഞു വരുമെന്നൊരു ഉത്തരം കിട്ടും അത് ശരിയല്ല അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കേണ്ടത് എന്താണ് പതിനഞ്ചാണ് എന്ന് പറയുന്നത് ചില ഇൻവെൻറ്റേഴ്സ് അതിന് ഏജ് മാർക്ക് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഏജ് വരെ എടുക്കാം ഹോപ്പ് യു ആർ ക്ലിയർ ഇനി ഇതൊക്കെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട പോയിന്റ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കണം പരീക്ഷയ്ക്ക് എന്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതിക്കണേ sir Francis Galton was the first to measure was the first to measure the human intelligence but was in terms of individual differences അപ്പോൾ നമ്മുടെ S Q three R method ഉപയോഗിച്ചത് എങ്ങനെ ചെയ്യാം who was the person who first measured the human intelligence was Francis Galton what was his method it was in the terms of individual differences Uh, eh, it was it was particularly concerned with the sensory responses, visual, auditory, circuitry reaction times. അത് വെച്ചിട്ടാണ് ഇന്റലിജൻസ് ചെയ്തത് ഇനി അടുത്തത് the first psychological attempt was done by whom Alfred Binet ഇപ്പൊ മനസ്സിലായോ S Q three R method ഉപയോഗിച്ചുള്ള ഗുണം ഇങ്ങനെ പഠിക്കാനും അർത്ഥം മനസ്സിലാക്കാനും ഇങ്ങനെ S Q three R method ഉപയോഗിച്ച് പഠിക്കാനുമാണ് ഈ പറയണത് ഐ എം റിയലി ഹാപ്പി നിങ്ങൾ സംശയം ചോദിച്ചാലേ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അത് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ചോദിക്കാതെ ക്ലാസ് കഴിഞ്ഞിട്ട് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് തന്നോളാം ഒരു കുഴപ്പമില്ല ഞാനല്ല ഏത് ഫാക്കൽറ്റി ആണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ in nineteen zero five Alfred Binet and Theodore Simon published the first modern intelligence test അപ്പോൾ the first modern intelligence test was published in which over enthusiasm കാണിക്കുമ്പോൾ പറ്റുന്ന പ്രശ്നങ്ങളാണിത് അപ്പോൾ സമയം പോവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത്രയും താല്പര്യം എടുക്കുന്നത് the first psychological attempt was by developing proper test to assess intelligence who did it France Alfred Binet what was which was the first publication nineteen zero ഫൈവിലെ Alfred Binet in which year nineteen zero five what what is the scale known Binet Simon intelligence scale അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സൈക്കോളജി ഫസ്റ്റ് ലാബ് തന്നെ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലോ അങ്ങനെ എന്തോ ഒരു ഇയറിലാണ് ഫസ്റ്റ് ലാബ് തന്നെ വന്നത് സൈക്കോളജിയുടെ നയൻറ്റീൻ സീറോ ഫൈവിലെ നല്ലൊരു ഇന്റലിജൻസ് ടെസ്റ്റ് പോലും വന്നിട്ടുള്ളൂ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയിട്ടുള്ളൂ അതായത് അധികം കാലമൊന്നും ആയിട്ടില്ല ഈ സൈക്കോളജിയും മോഡേൺ മെഡിസിനും ഒന്നും വളർന്നിട്ട് later Lewis Terman of Stanford University studied it and reformed it. So who uh, reformed Binet Simon Intelligence scale? Lewis Terman. Uh, it is known as what? Say permanent ആണ് നയൻറ്റീൻ സിക്സ്റ്റീനില് സ്റ്റാൻഫോർഡ് ബിനെ ഇന്റലിജൻസ് സ്കെയിൽ വന്നു that is a permanent one ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാ ചോദ്യം ചോദിച്ച അർത്ഥ ഉത്തരം മനസ്സിലാക്കി പഠിക്കേണ്ടതെന്ന് Yes, This sir. is called Yes, SQTR sir. method. This is called SQTR method. അർത്ഥം അറിയാൻ ചെയ്യണം ഓക്കെ ഇനി ഇത് ഇത് നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം ഇത് ഇട്ടതാണ് ഇതിങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഇന്റലിജൻസ് ഇതെടുത്ത് വായിച്ചോളൂ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും type of intelligence assessment verbal test ഉണ്ട് നോൺ വെർബൽ ടെസ്റ്റ് ഉണ്ട് പെർഫോമൻസ് ടെസ്റ്റ് ഉണ്ട് എന്താണ് പെർഫോമൻസ് ടെസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ കാണിച്ചു തരാം ഇന്റലിജൻസ് ടെസ്റ്റിൽ ഗ്രൂപ്പ് ടെസ്റ്റും ആവാം ഇന്റലിജൻസ് ടെസ്റ്റും ആവാം അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇനി എക്സാമ്പിൾ വെച്ചുകൊണ്ട് പഠിക്കാൻ പോവാ type of intelligence test assessment എന്തൊക്കെയാ വെർബൽ ആണ് നോൺ വെർബൽ ആണ് കാരണം പിക്ചറൊക്കെ കാണിച്ച് ആവാം വെർബൽ ടെസ്റ്റ് വെർബൽ വെച്ചാവാം അതൊക്കെ കാണിച്ചു തരാം പെർഫോമൻസ് കാണിച്ചു തരാം ഉദാഹരണമായിട്ട് verbal test the test which make use of language. The person being assessed must understand the language used in the test for instruction as well as in terms. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്റലിജൻസിനെ കുറിച്ച് ചിലപ്പോൾ ഇരുപത് മാർക്കിന്റെ എസ് എ വരെ ചോദിച്ചേക്കാം അല്ലെങ്കിൽ പതിനഞ്ച് മാർക്കിന്റെ എസ് എ വരെ ചോദിച്ചേക്കാം പത്ത് മാർക്കിന്റെ അപ്പോൾ അപ്പൊ ഇൻഫർമേഷൻ മ്യൂട്ട് ചെയ്യൂ മറ്റുള്ളവർ വർത്തമാനം പറയണ്ടാത്തവർ മ്യൂട്ട് ചെയ്യൂ Krishnan Anees person who is new you. No problem no problem ഇതൊക്കെ ഫാമിലി ആയിട്ട് കരുതുക നോ ഇഷ്യൂസ് പക്ഷെ നമുക്ക് ക്ലാസ് നടത്തണ്ടേ നോ ഇഷ്യൂസ് എന്നും കുഴപ്പമില്ല information measures a child's range of factual information example what day is the year of the independence day അപ്പൊ ചെറിയ കുട്ടികളിലാണ് അത് ചെയ്യണത് അത് അതെന്താ അത് വരുന്നുണ്ട് ചെറിയ കുട്ടികളിലെ ഇന്റലിജൻസിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ചോദിക്കേണ്ടതെന്നുള്ളതിന് സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റുകൾ ഉണ്ട് സിമിലാരിറ്റി നോക്കുക measure a child categorise example in what way we are wool and cotton alike അപ്പോൾ അതിന്റെ സിമിലാരിറ്റി വർക്ക് മാത്രം ചെയ്യാം അരത്തമാറ്റിക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും പക്ഷേ അഞ്ച് വയസ്സുള്ള കുട്ടി ഏഴ് വയസ്സുള്ള കുട്ടിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തരില്ല if I way six rupees worth candy and give the clerk twenty rupees I would get back what പതിനാല് എത്ര രൂപ പതിനാല് രൂപ എന്ന് പെട്ടെന്ന് പറയാൻ പറ്റണം ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പറയാൻ പറ്റണതാണ് കഴിവ് വൊക്കാബുലറി അപ്പോൾ ഇതുപോലെയാണ് ഡിജിറ്റൽ സ്പാൻ എത്ര മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുക സ്പാൻ ടെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യിക്കും ഞങ്ങൾ ഏഴ് പ്രാക്ടിക്കൽ ചെയ്യിക്കും അപ്പോൾ നോൺ വെർബൽ ടെസ്റ്റ് അപ്പോൾ നോൺ വെർബൽ എന്ന് പറയുന്നതാണ് പിക്ചറൊക്കെ ആയിരിക്കും ഉദാഹരണം gestures, symbols, etc. The instructions are explained by the administrator in the native language. Raven's progressive matrices, ഞാൻ പറഞ്ഞു ബാങ്ക് ടെസ്റ്റ് പോലെ തന്നെയാണ് Raven progressive matrix draw a person test ഒരു കൊച്ചിയുടെ കുട്ടിയുടെ ഇൻ്റലിജൻസ് അറിയാനായിട്ട് ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ് എന്ന ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിന് കുറേ റൂൾസും റെഗുലേഷൻസും ഉണ്ട് അത് എല്ലാ അംഗങ്ങളും കൃത്യമായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ഇൻ്റലിജൻ്റ് ആണെന്നാണ് അർത്ഥം these test can be administered at group level as well as individualised അല്ല ഒരു ഗ്രൂപ്പിനെ എടുത്ത് ഡ്രോ പേഴ്സൺ ചെയ്യാം പ്രോഗ്രസീവ് മാട്രിക്സ് ചെയ്യാം എന്നിട്ട് എല്ലാവരുടെയും കൂടി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പെൻ പേപ്പർ ടെസ്റ്റ് ഉപയോഗിക്കും നൗ അപ്പോൾ ഇത് നോക്കൂ ഈ Raven's progressive matrices non verbal ടെസ്റ്റിലെ ഒരു ഇതാണ് ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇത് ആരോ ഇട്ടിട്ടുണ്ടല്ലേ ഒന്നിന്ന് ആരോ ഇട്ട് അടുത്തേലേക്ക് പോയി അടുത്തേലേക്ക് ആരോ പോയി സ്വാഭാവികമായിട്ടും ആൻസർ എത്രയാണ് നാലാണ് വരിക അപ്പൊ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ബാങ്ക് ടെസ്റ്റിലൊക്കെ ഇങ്ങനെ ചോദിക്കാറില്ലേ ഇത് ഇത് നാലാണ് എൻ്റെ ആൻസർ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കഴിഞ്ഞ് മൂന്ന് വന്നു അപ്പൊ അടുത്തത് എന്താണ് നാല് ക്ലിയർ ആണോ കാണുന്നവർക്ക് മനസ്സിലായോ ബബിത കേൾക്കുന്നുണ്ടോ വിദേശത്ത് എവിടെ ഇരിക്കുന്നു ബബിത മനസ്സിലായല്ലോ കേൾക്കുന്നുണ്ട് അതുപോലെ അതുപോലെ ഇതാണെങ്കിൽ രണ്ട് ഇതെങ്ങനെ മനസ്സിലാക്കാം രണ്ട് നാല് എഗെയിൻ ഇവിടെ രണ്ട് വന്നു ഒന്ന് അഞ്ച് നാല് വന്നു സ്വാഭാവികമായിട്ടും രണ്ട് അഞ്ച് വന്നാൽ പിന്നെ ഇനി മൂന്നാണ് ഇവിടെ വരേണ്ടത് അതിവിടെ കാണിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ സംശയമുണ്ടോ അത് ലോജിക്കലി മനസ്സിലാവാത്ത ആർക്കെങ്കിലും ഉണ്ടോ രണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ നാല് വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ടാ വന്നേ ഇവിടെ ഒന്ന് കഴിഞ്ഞിട്ട് അഞ്ച് വന്നു അത് കഴിഞ്ഞിട്ട് വന്നതോ നാല് വന്നു അങ്ങനെയാണെങ്കിൽ രണ്ട് കഴിഞ്ഞിട്ട് അഞ്ച് കഴിഞ്ഞിട്ട് വരേണ്ടത് മൂന്നാണ് അങ്ങനെ അത് ഇത് എത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ചെയ്യാൻ കഴിയുമ്പോഴാണ് ഐക്യു വരിക ഇതൊക്കെ ബാങ്ക് ടെസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ് performance performance test performance test is very very interesting ആ എന്താ എന്താ ഞാൻ കാണിച്ചുതരാം പട പടങ്ങളിലൂടെ കാണിച്ചുതരാം ക്യൂബൊക്കെ വെച്ചിട്ടാണ് ചെയ്യണം ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ള ടെസ്റ്റാണ് റാവൻസ് പ്രോഗ്രസീവ് മാട്രൈസസ് എന്ന് പറയും അതിൽ ഒരെണ്ണം ഇതിപ്പോൾ ഇത് കണ്ടോ ഈ ഈ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ ഒരു പിക്ചർ ചെയ്യണം ആ പിക്ചർ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനത്തെ പിക്ചർ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും ഈ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് അതിൽ വേറെ ഒരെണ്ണം കാണിച്ചു തരാം ഇത് പാസ് അലോങ് ടെസ്റ്റ് എന്ന് പറയും പാസ് നിങ്ങൾക്ക് വെറുതെ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ബുക്ക് വായിക്കുമ്പോൾ കാരണം ഒരു പാസ് അലോങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ നോക്കൂ റെഡിന് അഗെയിൻസ്റ്റ് റെഡ് ആണ് അല്ലെ ഇതിന് റെഡിന് അഗെയിൻസ്റ്റ് റെഡ് ആയിരിക്കണേ ബ്ലൂവിന് അഗെയിൻസ്റ്റ് ബ്ലൂ ആയിരിക്കണേ നിങ്ങൾക്ക് തരുമ്പോൾ എങ്ങനെ തരുന്ന അറിയാമോ റെഡിന് അഗെയിൻസ്റ്റ് ബ്ലൂ തരും ബ്ലൂവിന് അഗെയിൻസ്റ്റ് റെഡ് തരും പാസ് അലോങ് ഇത് രണ്ട് ഇത്ര മിനിറ്റിനുള്ളിൽ രണ്ട് മിനിറ്റോ രണ്ട് മിനിറ്റ് സമയമാണ് സ്റ്റാൻഡേർഡ് തരാന്ന് തോന്നുന്നു അതിനുള്ളിൽ നിങ്ങൾ ഇത് തിരിച്ചാക്കണം എടുത്താക്കാൻ പാടില്ല എടുത്തു വെക്കാൻ പാടില്ല പാസ് ചെയ്ത് വെക്കണം അതിനാണ് പാസ് അലോങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയൂ ശരിക്കുള്ള സാമ്പിൾ എങ്ങനെയാ തന്നേക്കുന്നത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്താ ചെയ്യാൻ പറഞ്ഞത് തരുന്നത് ഇതായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത് ഏതായിരിക്കും ഈ റൈറ്റിൽ കാണുന്നതായിരിക്കും ബ്ലൂ റെഡിന്റെ അടുത്ത് വെക്കും റെഡ് ബ്ലൂവിന്റെ അടുത്ത് വെക്കും എന്നിട്ട് ഇത് പാസ് ചെയ്യാൻ പറയും എടുക്കാതെ പാസ് ചെയ്യണം എടുക്കാതെ പാസ് ചെയ്ത് റെഡ് റെഡിന്റെ അടുത്തും ബ്ലൂ ബ്ലൂവിന്റെ അടുത്തും വരണം ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഇതാണ് പാസ് അലോങ് എന്ന് പറയുന്നത് അപ്പൊ എന്താ മനസ്സിലായില്ല മനസ്സിലായില്ലെങ്കിൽ പറയൂ പറഞ്ഞുതരാം ഓക്കെ പ്രാക്ടിക്കലിന് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഭാഗ്യവാന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓഫ്ലൈനിൽ നിങ്ങളെ വിളിക്കും ഓഫ്ലൈനിൽ വിളിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ അഞ്ച് ബോക്സ് അവിടെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലാണെങ്കിലും ക്ലിനിക്കിലാണെങ്കിലും ഇതൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ വന്ന് പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യൂസ് കോളേജിൽ നടക്കാൻ കുട്ടികൾ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആയിക്കോട്ടെ small lab and small clinic സൗകര്യങ്ങളുണ്ട് എനിബഡി ഈസ് വെൽക്കം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പക്ഷേ യൂണിവേഴ്സിറ്റി എല്ലാം പഠിപ്പിച്ചു തരും ഇത് വളരെ സിമ്പിളാണ് പാസ് അലോങ് ടെസ്റ്റ് ഇത് നല്ല രസമാണ് ചെയ്യാൻ രസമാണ് പക്ഷേ പഠിക്ക് പരീക്ഷയ്ക്ക് ഇത് ചെയ്ത് കാണിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ ഇതാണ് ഇന്റലിജൻസ് ടെസ്റ്റ് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇന്റലിജൻസ് ഒക്കെ മെഷർ ചെയ്യാം അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് സോ ഇനി എന്താണ് എന്തൊക്കെ തരം ടെസ്റ്റുകൾ നിങ്ങളിപ്പോ പരീക്ഷയ്ക്ക് എഴുതണം ഇവിടെ നിന്ന് വായിച്ചു നോക്കിക്കോളൂ ഒരു മിനിറ്റ് വെള്ളം കുടിച്ചോട്ടെ നിങ്ങൾ വായിച്ചോളൂ David Wechsler published the Westler Belief Intelligence Scale in 1939. അത് ഏതൊക്കെയുണ്ട് intelligence test consist of eleven subtest six of them are verbal intelligence ഇത് രണ്ട് കൂടി ചേർത്തുള്ളതായിരിക്കും ഈ ടെസ്റ്റ് ഉണ്ടാവുക എല്ലാം ഇപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെയാ നമ്മൾ പഠിച്ച് വെർബല് നോൺ വെർബല് പെർഫോമൻസ് ഇതെല്ലാം ചേർത്തിട്ടുള്ള ബാറ്ററി സ്കെയിലുകൾ ബാറ്ററി എന്നാണ് പറയുന്നത് കുറെ സെറ്റുകളൊക്കെ ബാറ്ററി എന്നാണ് പറയുന്നത് അങ്ങനെ കുറേ സെറ്റുകൾ ചേർത്തിട്ടാണ് ഈ റാവൻസ് പ്രോഗ്രസ് സോറി ടെസ്റ്റ് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അയ്യോ പെട്ടെന്ന് മറന്നുപോയി അതായത് ഈ പാസലോങ് ഒക്കെ ഉള്ളത് അലക്സാണ്ടർ പാസലോങ് ടെസ്റ്റ് ഈ ടെസ്റ്റ് ഒരു ബാറ്ററിയാണ് എല്ലാം non verbal non verbal performance test എല്ലാം കൂടി ചേർന്നതാണ് ഇനി ഏതൊക്കെ തരം സ്കെയിലുണ്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയണം പരീക്ഷയ്ക്ക് ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും ഞാൻ ഇന്ന് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് അയച്ചു തരും ഇപ്പം തന്നെ എനിക്ക് ക്ലിനിക് ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ അയച്ചു തരാൻ എന്ന് അറിയില്ല I try my best so Wechsler adult intelligence scale അതെന്താണ് അതാണ് V W A I S Wechsler adult intelligence test അത് പതിനാല് പതിനാറ് വയസ്സ് മുതൽ എഴുപത്തി ഞാൻ പറഞ്ഞ പാട്ടിക ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ പാട്ടികതയാണ് ഇത് ഭാട്ടിയ ഇന്റലിയൻസിന്റെ ഭാഗമാണ് ഈ കാണിക്കുന്നത് ഭാട്ടിയ ഇന്റലിയൻസിന്റെ ഭാഗമാണ് ഇതിന്റെ ബാറ്ററി എന്നാണ് പറയാ കാരണം ഇതിൽ വെർബൽ ഉണ്ട് നോൺ വെർബൽ ഉണ്ട് പെർഫോമൻസ് ഉണ്ട് Wechsler intelligence scale sorry Wechsler intelligence scale scale scale. Scale ഉണ്ട് and Indian scale for children ഉണ്ട് and preschool and primary scale of intelligence വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് നാല് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ ഉള്ളവരുടെ ഇന്റലിജൻസ് വരെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇത് ശരിക്കും കണ്ടുപിടിച്ച് അവർക്ക് പ്രത്യേക എഡ്യൂക്കേഷൻ കൊടുത്ത് ഉയർത്തി കൊണ്ടുവരാറുണ്ട് അവർ പതിനഞ്ച് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ പതിനാറ് വയസ്സിൽ മെഡിസിന് ചേരാം അമേരിക്കയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ തന്നെ ഒരു കുട്ടി രേണുക രേണുക എന്ന് പറഞ്ഞ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നത് രേണുകയുടെ മകള് ഇതുപോലെ അമേരിക്കയിൽ ടെസ്റ്റ് എഴുതിയിട്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ പി എസ് ടിക്ക് ചേർന്നു പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ആ കുട്ടി പഠിച്ചില്ല കാരണം ഇതുപോലെ ഈ ടെസ്റ്റ് എഴുതി ജയിച്ചു ആ കുട്ടി അപ്പോൾ വെർബൽ സ്കെയിലും പെർഫോമൻസ് സ്കെയിലും ഇതൊക്കെ എന്തൊക്കെയാണ് വെർബൽ സ്കെയിൽ എന്തൊക്കെയാണ് പെർഫോമൻസ് സ്കെയിൽ ഇനി ഞാൻ പറയുന്നില്ല അപ്പോൾ താങ്ക് യു ഇനി അടുത്തത് കാണിക്കും അടുത്തത് അറ്റൻഷനെ കുറിച്ചുള്ള ഒരു ഇതാണ് ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കണം നേരത്തെ ഞാൻ ലേണിങ്ങിൻ്റെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഭാഗത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം S O C state of consciousness എന്താണ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഓക്കെ ഇവിടെ എല്ലാ മതക്കാരും ഉണ്ടല്ലോ ക്ലാസ്സിൽ ക്രിസ്ത്യൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒക്കെ ഉണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഒരു ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ഒന്നും ഇതുവരെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം പ്രാർത്ഥി നല്ല മനോവേദന വരുമ്പോഴൊക്കെ ഒരുക്കിയൊക്കെ പ്രാർത്ഥിക്കുമായിരിക്കും കേട്ടോ പക്ഷെ ഒന്ന് നമസ്കരിക്കാൻ പറഞ്ഞാൽ അഞ്ചു നേരം നമസ്കരിക്കണ്ടാവും പക്ഷെ മനസ്സെവിടെയാ എവിടെയാ പോവുക പലപ്പോഴും മനസ്സ് പലയിടത്തേക്കും പോകില്ലേ നമുക്ക് നല്ല ദുഃഖമുള്ള സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധ അങ്ങോട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ കൃഷ്ണ എന്ന് പറയണോ അല്ലെങ്കിൽ കർത്താവേ മാതാവേ എന്നൊക്കെ പറയുമ്പോഴും ആ പറയണ രണ്ട് സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അടുക്കളയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകും ഇങ്ങനെ നമ്മുടെ അറ്റൻഷൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കൂടിയാണ് പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം സൊല്യൂഷനാണ് നമ്മുടെ ലക്ഷ്യം അത് കാണിച്ചുതരാം ഇവിടെ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ് ഫോർമൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വായിക്കേണ്ടത് ചെറിയൊരു പോർഷൻ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ഞാൻ വളരെ വിശദമായിട്ടാണ് പഠിക്കുക ഞാൻ എടുക്കുന്നതല്ലാതെ ടെക്സ്റ്റിനെക്കാളും മോഡലായിട്ടാണ് പഠിപ്പിക്കാറുള്ളത് നോ ടെക്സ്റ്റിലുള്ളത് അങ്ങനെ തന്നെ ഞാൻ പഠിപ്പിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവില്ലേ നോർമൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് അത് വായിക്കേണ്ടത് നോർമൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഇവിടെ ഇതൊരു വിദേശത്തുള്ള ഒരു പ്ലേ ആണ് ഇതിൽ ഈ സ്റ്റിക്കിൻ്റെ ബ്ലാക്ക് പോർഷൻ തന്നെ ഈ ബ്ലാക്ക് സർഫസിൽ ഹിറ്റ് ചെയ്യണം അങ്ങനെയാണ് ആ പ്ലേ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് പകരം ക്രിക്കറ്റ് കളി എടുക്കാം ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ആ നാലര ഇഞ്ച് ബാറ്റും കൊണ്ട് പന്ത് പ്രതീക്ഷിച്ചിരിക്കും നാലര ഇഞ്ച് ബാറ്റും കൊണ്ട് പന്ത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഇത് ഇത് ഇതിനു വേണ്ടിയിട്ടാണ് പ്രോബ്ലം സോൾവിംഗ് ആണ് ഇനി അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത് എന്നോട് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഭാഗമായിട്ട് എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ സമ്മതിച്ചു എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എൺപത് ശതമാനം മാർക്ക് കിട്ടും പക്ഷെ അങ്ങനെ പഠിക്കാൻ തയ്യാറാവുക പക്ഷെ പഠിക്കുന്ന സമയത്ത് അറ്റൻഷൻ പോവാറുണ്ട് ആ അറ്റൻഷൻ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കാണിത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളെ നോക്കുക ആ നാലര ഇഞ്ച് ബാറ്റിൽ ബോളും പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ക്വസ്റ്റൻ ഇതാണ് ഈ ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ആ സം ബോളും പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളുടെ ആഗ്രഹം എന്താണ് ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യും what what is his wish six അടിക്കണം six six if not a no ball six അല്ലെങ്കിൽ ഫോറെങ്കിലും കിട്ടണം ഈ സമയത്ത് ഇദ്ദേഹം ഓഡിയൻസിനെ നോക്കോ വീട്ടിലെ കാര്യങ്ങളെ ഓർക്കോ അങ്ങനെ ചെയ്താൽ ബോള് സ്റ്റംപും കൊണ്ടുപോയി അയാൾ ഔട്ട് ആവും അതിന് പറയുന്നതാണ് നോർമൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഇത് ഒരു ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പ്ലാറ്റ്ഫോമാണ് റെക്കോർഡഡ് ആണ് പക്ഷേ എങ്കിലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ആ ഭാഷ ഉപയോഗിക്കുകയാണ് ആ ഭാഷ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നിങ്ങളേത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കാം ഉദാഹരണമായിട്ട് ഒരു ഹണിമൂൺ ലൈഫിലെ ഫാമിലി ലൈഫൊക്കെ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഫിസിക്കൽ റിലേഷണൽ താല്പര്യങ്ങളും ഒക്കെ വളരെ കൂടുതലായിരിക്കും ആ സമയത്തുള്ള അതേ attention normal state of consciousness എന്ന് ആലോചിച്ച് നോക്കാം ഒരേ ഒരു ചിന്ത എൻ്റെ പ്ലഷർ മാത്രം ഇതിനാണ് നോർമൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് പലരും നോർമൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് അടുത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പിന്നീട് ജീവ കുടുംബജീവിതത്തിൽ ഇഷ്ടംപോലെ താളം തല്ലലും പ്രശ്നങ്ങളും ഉള്ളപ്പോൾ ഇവിടെ ഒരു സെക്ഷൽ ഫാമിലി റിലേഷൻ പോലും ഒക്കെ ആൾട്ടർനേറ്റീവ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്സിലേക്ക് പോകും എന്താണ് alternative state of consciousness alternative state of consciousness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ട്സ്മാൻ ഈ ബോട്ട്സ്മാൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ബോട്ട് മറികടക്കി കരയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ് പക്ഷെ കാറ്റും കോളും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് അയാളുടെ ജോലിയാണ് അങ്ങനെയാണെങ്കിൽ വള്ളം അടുപ്പിക്കണേ അടുപ്പിക്കണം തുഴയണതിന് മുമ്പ് തീരുമാനിക്കണം എത്തുന്നതിന് മുമ്പ് കാറ്റും കോളും ഒക്കെ മറികടന്ന് എനിക്ക് എത്താൻ പറ്റും പക്ഷെ അയാൾ അശ്രദ്ധമായിട്ട് ചെയ്തു കാറ്റും കോളും വന്നു ആണ് ഒരു ബൈബിളും ക്രോസും കാണിച്ചിരിക്കുന്നത് ബൈബിളും ക്രോസും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വഞ്ചി മുങ്ങുക തന്നെ ചെയ്യും ഇതിന് പറയുന്നതാണ് alternative state of consciousness one one ഈ shifting from what is assigned ഈ set been the alternative state of consciousness അപ്പോൾ ഇനി എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലെ പേപ്പറും ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക നോർമൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എങ്ങനെ അച്ചീവ് ചെയ്യാം എഴുതിക്കോളൂ as far as possible A S as F I R far as far as possible as far as possible try to remain in the normal state of consciousness. As far as possible, try to remain in the normal state of consciousness. ഇന്ന് മുതൽ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ ജയേന്ദ്ര സാറിനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കേണ്ടി വരും കാരണം എന്താ സാറ് പറഞ്ഞു as far as possible try to remain in the normal state of consciousness normal സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യും ഉറപ്പാണ് മനുഷ്യനല്ലേ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് ചെയ്യണത് ആണ് തലേ ദിവസം അങ്ങനത്തെ ഷിഫ്റ്റിംഗ് കുറവായിരിക്കും എങ്ങനെയെങ്കിലും പരീക്ഷ ജയിക്കണം എന്നുള്ളതുകൊണ്ട് അപ്പൊ normal state as far as possible try to remain in the normal state of consciousness the moment you feel that you have shifted to alternative state of consciousness number two എഴുതാം go back to as fast as possible sorry ആദ്യം ആസ് ഫാർ ആസ് പോസിബിൾ എന്ന് എഴുതിയെങ്കിൽ ഇനി എഴുതേണ്ടത് നമ്പർ ടു എഴുതേണ്ടത് as fast as possible as fast as possible go back to നിങ്ങൾ പറ എന്ത് ചെയ്യണം go back to what exactly go back to normal state of source ഇന്ന് മുതൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആസ് ഫാർ എല്ലാവരുടെ അറ്റൻഷനും മാറിപ്പോകും പക്ഷെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുക as far as possible try to remain the normal state of consciousness അത് നിങ്ങളെ ഞാൻ പറഞ്ഞില്ല ഒരു പ്രൈവറ്റ് ഫാമിലി ലൈഫിൻ്റെ കംഫർട്ടിനെ കുറിച്ച് ആലോചിക്കുക ആ സമയത്ത് ആര് ശല്യം ചെയ്യണം നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പോലെ പഠിക്കാനിരിക്കുമ്പോഴും അതേ താല്പര്യം ഉണ്ടായിരിക്കണം എന്നായി പറയുന്നത് ഇപ്പം as fast second as fast as possible go back to normal state of conscious അങ്ങനെ വിചാരിച്ച നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ നിമിഷം നിങ്ങൾ തിരിച്ച് നോർമലിലേക്ക് പോയി നിങ്ങളുടെ ഏത് കർമ്മമാണോ ജോലിയെങ്കിൽ ജോലി അടുക്കള ജോലിയെങ്കിൽ അടുക്കള ജോലി പഠിത്തമെങ്കിൽ പഠിത്തം പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് പഠിത്തമായതുകൊണ്ട് പഠിത്തത്തിലേക്ക് തന്നെ തിരിച്ചു വരിക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് ഇതാ എഴുതിയേക്കണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ആൾട്ടർനേറ്റീവ് എന്താണ് ഹെൻസ് ഫോളോ ദി സ്ലോഗൻ ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ എഴുതിയെടുത്തോളൂ ഓക്കെ എല്ലാവരും എഴുതിയെടുത്തു വിചാരിക്കണം ഞാൻ അല്ലെങ്കിൽ ഇത് അയച്ചിരുന്നതാണ് അടുത്തതാണ് altered state of consciousness deliberately altering the state of consciousness ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മരുന്ന് തരുമ്പോൾ ഡെലിബറേറ്റ് ആയിട്ട് സ്ട്രെസ്സ് മാറ്റാനായിട്ടൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ ഉറങ്ങിപ്പോവും അപ്പോൾ ആ സ്ട്രെസ് അറിയൂല എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അനസ്തേഷ്യ എടുക്കുമ്പോഴോ സർജറി ചെയ്യുമ്പോഴോ നിങ്ങളുടെ കോൺഷ്യസ് അറിയാതിരിക്കാനാണ് അങ്ങനെ മെത്തേഡ് ചെയ്യുന്നത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാം ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ആണ് പക്ഷെ ഡെലിബറേറ്റ് ആയിട്ട് നമുക്ക് അല്ലാതെ ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നു നിങ്ങൾ ഉറക്കത്തിലേക്കാണ് അടുത്ത് വരുന്നത് ഉറക്കം വരുന്നു ഉറക്കം വരുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക ഒരു ചായ കുടിക്കുക എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യുക യോഗ എൻ്റർടൈൻമെൻറ്റ് ഇത് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അറ്റൻഷൻ ഒട്ടും കിട്ടുന്നില്ല എങ്കിൽ ദയവായി നിങ്ങൾ പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ട നിങ്ങൾ അറ്റൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാപ്പ് പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുക എന്നിട്ട് അറ്റൻഷൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇരിക്കുക അതാണ് അതിനുള്ള സ്വഭാവം solution so when one is shifting deliberately from normal he is set to be in the altered state of consciousness yoga മുതലായ ടെക്നിക്സ് ഒക്കെ ഡെലിബറേറ്റ് ആയിട്ട് ആൾട്ടർ ചെയ്യാനുള്ള മെത്തേഡുകളാണ് അടുത്തത് sleep and dream sleep and dream എന്ന് പറയുന്നത് അല്പം ഒരു ഐസ് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണാറുണ്ടോ ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ മതി റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആ ശരി സ്വപ്നം കാണാറുണ്ട് ഈ പകല് സ്വപ്നം കാണാറുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരും രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാറുണ്ടോന്നായി ചോദിച്ചത് ശരി എല്ലാ ദിവസവും സ്വപ്നം കാണാറുണ്ടോ ഡോക്ടർ ഷമിത പറയൂ എല്ലാ ദിവസവും സ്വപ്നം കാണാറുണ്ടോ നോ സർ ഇറ്റ്സ് ഡിപെൻഡ്സ് എന്നാൽ അങ്ങനെയല്ല റെം സ്ലീപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ R E M rapid eye ആ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ആ സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾ സ്വപ്നം കാണുകയാണ് പെറ്റ് സ്കാൻ വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും പെറ്റ് സ്കാനിൽ അതിൻ്റെ കോഡ് എടുത്തിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക ഈ സ്ക്രീൻ ഞാനിങ്ങനെ വരയ്ക്കുക അപ്പോൾ ഇവിടെ ഞാൻ യാ ശരി സോറി ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്തിട്ടു അല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന കാണിക്കാം അടുപ്പിച്ച് അടുപ്പിച്ചുള്ള സ്ക്രീൻ മുഴുവൻ താഴ്ത്തുന്ന മോഡലിലേക്ക് വരെ അടുപ്പിച്ച് അടുപ്പിച്ചുള്ള വരകൾ സങ്കല്പിക്കുക അടുപ്പിച്ച് അടുപ്പിച്ച് തിക്കായിട്ടുള്ള വരകൾ അതാണ് ഉറക്കം ഡീപ്പായിട്ട് പോകുമ്പോൾ ആദ്യത്തെ രണ്ട് മണിക്കൂറിലൊക്കെ ഉണ്ടാവുന്നതാണ് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് റെം സ്ലീപ്പ് ഉണ്ടാവും അപ്പൊ കണ്ണിന്റെ പോളകളെ മിടിക്കും ഇടിക്കുന്ന തുടിക്കുന്നുണ്ടാവും അങ്ങനെ തുടിക്കുന്നതുകൊണ്ടാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ ഐ മൂവ് ചെയ്യണോണ്ടാണ് ആ സമയത്ത് ഒരാളെ തട്ടി ഉണർത്തി കഴിഞ്ഞാൽ അത് സ്വപ്നം കാണുകയാണെന്നാണ് അതിനർത്ഥമാക്കുന്നത് പക്ഷേ ഇത് വെളുപ്പ് ആദ്യം ഞാൻ കാണിച്ചു വേവ് എങ്ങനെയാന്ന് കാണിച്ചു തിക്കായിട്ട് തിക്കായിട്ട് അടുപ്പിച്ചടിപ്പിച്ചുള്ള വേവാണ് ബീറ്റാറ്റു തീറ്റ വേവിലെ അടുപ്പിച്ചടിപ്പിച്ചുള്ള വേവുകൾ അവസാനം വെളുപ്പം കാലത്ത് എത്തുമ്പോഴുണ്ടല്ലോ ഈ വേവ് ഇങ്ങനെ ജലാശയത്തിലെ ചെറിയ ഓളങ്ങൾ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടറിൽ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടറിൽ ചെറിയ ഓളങ്ങളുണ്ടല്ലോ കുഞ്ഞു ഓളങ്ങൾ പോലെയാവും ഈ വേവ്സ് അപ്പൊ ആ സമയത്ത് ഫീബിൾ ആയിരിക്കും ഉറക്കവും നിങ്ങൾ ഫീബിൾ ആണെന്ന് അർത്ഥം ആ സമയത്താണ് നമ്മൾ ഉറക്കം എണീക്കണത് അതുകൊണ്ട് മാത്രമാണ് ഒരു അന്ധവിശ്വാസം ഉള്ളത് വെളുപ്പാൻ കാലത്തെ സ്വപ്നം ഫലിക്കുമെന്ന് നിങ്ങൾ അല്ലെങ്കിലും ഇഷ്ടംപോലെ സ്വപ്നം കാണുന്നുണ്ട് ചിലപ്പോൾ റെം സ്ലീപ്പ് ചോദിച്ചിട്ടുണ്ടല്ലോ പരീക്ഷയ്ക്ക് ഇടയ്ക്ക് റെം സ്ലീപ്പ് എന്താണെന്ന് ഷോർട്ട് ചോദിച്ചിട്ടുണ്ട് റാപ്പിഡ് ആയി മൂവ്മെന്റ് എന്ന് മാത്രം എഴുതണ്ട വിശദമായിട്ട് എഴുതിക്കോളാം സ്വപ്നം കാണുകയും ചെയ്യും ആ സമയത്ത് ആ വേവ് നെറ്റ് നോക്കി ഒന്ന് ഇന്ന് തന്നെ പഠിച്ചോളൂ റാപ്പിഡ് ആയി മൂവ്മെന്റ് ആൻഡ് ഡ്രീം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ നൗ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ I'm going to trap ചെയ്യും നിങ്ങൾക്ക് നിങ്ങളിന്ന് കാലത്ത് മുതൽ ഇന്ന് തുടങ്ങിയ പോലെ നിങ്ങളെ ഞാൻ ട്രാപ്പ് ചെയ്യായിരുന്നു ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല മോനെ ഏഴ് മണിക്ക് എൻ്റെ ക്ലാസ് കഴിയുള്ളൂടാ okay okay see what you should understand is that ഈ നിങ്ങളെ ഞാൻ ട്രാപ്പ് ചെയ്യായിരുന്നു കാരണം എന്താ ആദ്യം നിങ്ങൾ പറഞ്ഞു ഒരു പ്രോബ്ലം ഒരു <laughs> രണ്ട് പേരിൽ നിന്നും മെസ്സേജ് അയച്ചതാ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ് പറയുന്നത് അത് ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തന്നു അപ്പൊ നിങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല ഏത് കുട്ടിക്ക് നിങ്ങളൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ് പി ജിക്ക് പഠിക്കുന്നവരാണ് നിങ്ങൾക്ക് ഇനി ഒരു എക്സ്ക്യൂസും പറയാനില്ല അർത്ഥം മനസ്സിലാക്കി ചോദ്യോത്തരം വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും എൻ്റെ റീഇൻസ് റീഎൻഫോഴ്സ്മെൻറ്റ് സ്കെഡ്യൂൾ പലതും പറഞ്ഞു ചണ്ടപ്പുറത്ത് കോല വെക്കണ പോലെയൊക്കെ പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് ഇതിലേക്ക് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് വരണം പിന്നെ നോർമൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് തന്നെ പഠിക്കുകയും വേണം ഇനി സ്ലീപ്പിന്റെ കാര്യം പലരും ഉറക്കത്തില് മിടുക്കന്മാരാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് ഇവിടെയുള്ള ഇഷ്ടംപോലെ ജനങ്ങൾ ഓർക്കാനൊരു അവസരം കിട്ടിയ കളയില്ല എന്നും എനിക്കറിയാം അടുത്ത സ്ക്രീൻ കണ്ടോളൂ നിങ്ങളെ ഓരോരുത്തരെ ട്രാപ്പ് ചെയ്യാം ഇത് മനഃപൂർവ്വമാണ് മൂന്ന് വഴിയായിട്ട് തിരിഞ്ഞു കൊടുത്തിരിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റാപ്പിഡ് ഐ മൂവ്മെന്റിൽ തിക്കായിട്ടുള്ള സ്ലീപ്പ് ഒന്നര മണിക്കൂറെ കഴിയുമ്പോൾ തിക്കായിട്ടുള്ള വേവ് വരുന്ന കണ്ടീഷനിൽ ഡീപ്പ് സ്ലീപ്പായിരിക്കും അതുകൊണ്ടാണ് സ്വപ്നം കണ്ടാൽ നമ്മൾ അറിയാത്തത് ഭയാനകമായ സ്വപ്നം വരുമ്പോൾ ഇടയ്ക്ക് നമ്മളൊക്കെ ചാടി എണീക്കാറുള്ളത് വല്ലപ്പോഴെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ചാടി എണീക്കാറുമുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുക ആ തിക്കായിട്ടുള്ള വേവിനെയും മറികടക്കാൻ പറ്റുന്ന ഒരു സ്റ്റിമുലസ് ആണ് സ്റ്റിമുലസ് സൈക്കോളജി നമുക്ക് ടേം പഠിക്കാം സ്റ്റിമുലസ് ആണ് നിങ്ങൾ ആ സ്വപ്നത്തിൽ കണ്ടത് അതുകൊണ്ടാണ് പേടിച്ച് എണീറ്റത് അല്ലെങ്കിൽ നിങ്ങൾ അതോടുകൂടി ഉറങ്ങും അപ്പൊ സപ്പോസ് നിങ്ങൾ തീരുമാനിക്കുകയാണ് സയൻസ് സയൻസ് ആണ് ഈ പറയുന്നത് നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ ആറ് മണിക്കൂറേനും ഉറങ്ങുള്ളൂ വേണ്ട അഞ്ചു മണിക്കൂറേ ഉറങ്ങുള്ളൂ എന്ന് തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും ബ്രെയിൻ ഈ ഒന്നേകാ മണിക്കൂർ ഇടവിട്ടാക്കി മാറ്റും ഈ റെം സ്ലീപ്പിൻ്റെ ഘടന തിക്കായിട്ടുള്ള വളരെ തിക്കായിരിക്കും ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങൾ ഉറങ്ങും അങ്ങനെ മൂന്ന് നാല് മണിക്കൂറോ എന്നും അങ്ങനെ മൂന്ന് നാല് മണിക്കൂർ ഉറങ്ങാനല്ല പറയണേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഒരാഴ്ച ഉറങ്ങി എന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ല അടുത്ത പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ശരിക്കും ഉറങ്ങിയാൽ മതി നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാണ്ടായി നമുക്ക് ആർക്കെങ്കിലും ബൈസ്റ്റാൻഡറായിട്ട് ഹോസ്പിറ്റലിൽ പോകണം ഒരു മാസം നിൽക്കേണ്ടി വന്നു അല്ലേ വളരെ വേണ്ടപ്പെട്ടവരാണ് ഭാര്യയും ഭർത്താവും ഒക്കെ ആണെങ്കിൽ നിൽക്കേണ്ടി വരില്ലേ മക്കളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ നിന്ന് ഉറക്കമൊന്നും ശരിയായില്ല കൊതുകടിയും ബുദ്ധിമുട്ടും അതിൻ്റെ അർത്ഥം തിരിച്ചു വന്നിട്ട് രണ്ട് മാസം കിടന്ന് ഉറങ്ങണം അല്ല രണ്ട് ദിവസം ശരിക്കൊന്ന് ഉറങ്ങി കഴിഞ്ഞാൽ തീരണ പ്രശ്നമുള്ളൂ അത്രയും കരുതിയാൽ മതി അപ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പഠിപ്പിച്ചു എങ്ങനെ ഓർമ്മ നിൽക്കാൻ പഠിപ്പിച്ചു ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു മെമ്മറിയുടെ മറ്റ് ടെക്നിക്സ് പഠിപ്പിച്ചു S Q three R method പഠിപ്പിച്ചു അറ്റൻഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു ഇനി അതുപോലെ തന്നെ സ്ലീപ്പ് കുറച്ചു എന്ന് വെച്ചിട്ട് ഒരു ക്ഷീണവും വരില്ല എന്ന് പഠിപ്പിച്ചു so you are totally trapped now you study okay എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഓ നെക്സ്റ്റ് വൺ വയ്യ കുട്ടികളെ ഇതുപോലെയൊക്കെ പഠിപ്പിച്ചിട്ട് പഠിച്ചാൽ മതിയായിരുന്നു വേറെ ഒരു ആഗ്രഹമില്ല പഠിക്കാം ഇനി നമുക്ക് ഇതുപോലെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് അൽഷേമേഴ്സ് ഡിസീസ് പിന്നെ ഈ ലാംഗ്വേജ് എംപയർമെന്റ് ഡിസോർഡർ അതെല്ലാം പഠിപ്പിക്കുന്നില്ല പകരം ഒരെണ്ണം ഡെസ്ലെക്സിയ ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അത് വിശദമായിട്ട് പഠിക്കാം അതിനു മുമ്പ് അൽഷമസ് ഡിസീസ് ഒക്കെ പഠിക്കാം അൽഷമസ് ഡിസീസ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ഇച്ചിരി ബോറിംഗ് ഒക്കെ ആണെങ്കിലും ആത്മാർത്ഥമായിട്ട് പഠിക്കുക എന്താ കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലത്ത് വാക്കൻസികൾ വരുന്നുണ്ട് അൽഷമസ് ഈ ഡെമൻഷിയ ഒക്കെ കൂടുന്നതുകൊണ്ട് പല സ്ഥലത്തും കോൺട്രാക്ട് അടിസ്ഥാനത്തിലൊക്കെ ജോലിക്ക് ആളെ വെക്കുന്നുണ്ട് സൈക്കോളജി പഠിക്കുമ്പോൾ ഈ ബ്രെയിനും എൻഡോക്രൈൻ സിസ്റ്റം ഒക്കെ ശരിക്കും പഠിക്കാതെ ഇതൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഇച്ചിരി റെപ്പിറ്റേറ്റീവ് ആയിട്ടും ഇച്ചിരി ബോറിംഗ് ആയിട്ടാണെങ്കിലും ഇത് പഠിക്കാൻ തയ്യാറാവുക അൽഷമസ് ഡിസീസ് വളരെ യൂസ്ഫുൾ ആണ് ഇത് പഠിക്കുന്നത് ഓക്കെ ഞാൻ നിങ്ങളുടെ മുഖം കൂടി കാണാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പറ്റും ഹലോ സർ ഓക്കെ ഓക്കെ എന്ത് പറ്റി സർ ഗ്രൂപ്പിലെ കുറെ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് കാണുന്നുണ്ട് നമുക്ക് അത് കൺട്രോൾ ചെയ്യുന്നത് അവിടെയാണ് മോളെ ഞാനല്ല എനിക്ക് ഞാനല്ല ഇതിന്റെ കൺട്രോളർ കൺട്രോളർ ഇഗ്നോയുടെ ഏതെങ്കിലും സ്റ്റാഫ് ആയിരിക്കും പക്ഷെ ഇവർ ഇത്തവണ കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് പേർക്ക് കയറാന്നൊക്കെയാണല്ലോ പറഞ്ഞത് ടൈം കഴിഞ്ഞിട്ട് അഞ്ച് മണിക്ക് അഞ്ചേ കാല് വരെയൊക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ ആളുണ്ടായി കാണുള്ളൂ പ്രത്യേകിച്ച് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യാൻ ആളുണ്ടാവില്ലാത്തതായിരിക്കും പക്ഷെ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല കാരണം ഞാൻ എൻ്റെ കൺട്രോളിലല്ല okay fine the A D means ഇവിടെ അൾഷമേഴ്സ് ഡിസീസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുകയുള്ളൂ എന്നാൽ പോലും ഒരു ഫുൾ പാരഗ്രാഫ് എഴുതിയാലേ ഒരു മാർക്ക് കിട്ടുള്ളൂ മൂന്ന് മാർക്ക് മൂന്ന് മാർക്ക് മുഴുവൻ കിട്ടും നമുക്കൊന്ന് നോക്കാം ഇത് ആദ്യത്തെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് പണ്ട് പണ്ടിത് റയർ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഇത് കോമൺ ആണെന്ന് കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അത് വിട്ടുകളയാം അടുത്തത് നമുക്ക് നോക്കാം വാട്ട് ഈസ് എ ഡി എന്താണ് അൽഷമസ് ഡിസീസ് ഇങ്ങനെ ഓരോന്നും വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി ഞാൻ ഷെയർ ചെയ്യാം നോക്കിക്കോളൂ റിലാക്സ് ചെയ്ത് പഠിക്കൂ അല്പമൊക്കെ ബോറിംഗ് ആണെന്ന് എനിക്കും അറിയാം ഇത് പഠിപ്പിക്കും മറ്റുള്ളവർ പഠിപ്പിച്ച പോലെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല Alzheimer's disease is an irreversible irreversible ആണ് രണ്ട് വാക്ക് നിങ്ങൾ മെഡിക്കൽ സയൻസ് അറിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം നിങ്ങൾ അറിയണം റീജനറേറ്റീവ് ആൻഡ് ഡീജനറേറ്റീവ് റീജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ റിപ്പയറബിൾ ആണ് ഇത് ഇറിപ്പയറബിൾ ആണ് ഇറിവേഴ്സിബിൾ ആണ് കാരണം എന്താ ഡീജനറേറ്റീവ് ആണ് ആ ടേമുകളൊക്കെ പരീക്ഷയ്ക്ക് എഴുതി വെച്ചാൽ നല്ല മാർക്ക് കിട്ടും കാരണം പത്തും മുപ്പതും കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരാണ് നിങ്ങളുടെ പേപ്പർ നോക്കുന്നത് Alzheimer's disease and irreversible progressive brain disease that slowly destroys thinking skills although the risk of developing AD increases with age. In most people with AD, I mean Alzheimer's disease, ആ സ്പെല്ലിംഗ് എഴുതുമ്പോൾ വരെ തെറ്റിക്കാതെ എഴുതുക A L Z H C I M E R അപ്പൊ എങ്ങനെ പഠിക്കാം അല്ലെന്ന് പഠിക്കാം ഷീ എന്ന് പഠിക്കുക അത് എസ് എച്ച്ക്ക് വരെ ഇസഡ് എച്ച് എന്ന് പഠിക്കുക ഐ മറന്നടിക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് കേണൽ കൊളോണൽ എന്ന് പഠിക്കണം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ A D Alzheimer's disease increases with age. In most people with Alzheimer's disease, symptoms first appear after age sixty പക്ഷെ ഇപ്പോൾ വളരെ ചെറുപ്പക്കാർക്ക് വരെ ഇത് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇത് ഇനി അതെയാണ് സൊല്യൂഷനിൽ വരുന്നത് അതാണ് ക്ഷമയോട് കൂടി കേട്ടിരിക്കാൻ പറഞ്ഞത് ക്ഷമയോട് കൂടി കേൾക്കാൻ പറഞ്ഞ് അത് എന്താണ് കാരണം എന്നുള്ളത് വരെ വിശദീകരിച്ച് അത്രയും പോർഷൻ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ ബാക്കി ഞാൻ മുഴുവൻ അയച്ചു A D is not a part of normal ageing normal ageing കൊണ്ട് അല്ല അർത്ഥം ബുദ്ധിയും പോയി എന്ന് പറയാറുണ്ട് പണ്ട് പത്ത് തൊണ്ണൂറ് വയസ്സൊക്കെ ആകുമ്പോൾ അതല്ല ഇത് അതിന് മുമ്പേ പത്ത് മുപ്പത് കൊല്ലം മുമ്പേ തന്നെ ഇത് വരിക അല്ലെങ്കിൽ അമ്പത് വയസ്സിലൊക്കെ വരിക അതാണ് വരുന്നത് ഇത് it is caused by fatal disease that affects ഇവർ എന്താണ് ഡിസീസ് അയ്യോ നിങ്ങൾ ആരും ധരിച്ചിട്ടുണ്ടാവില്ല അൽഷിമേഴ്സ് ഡിസീസ് ആണോ ഡിസീസ് ആണ് നമുക്ക് നോക്കാം ആണോ എന്ന് നോക്കാം എ ഡി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെറുതെ ഒന്ന് വായിച്ചു പോകൂ A D is the most common cause of dementia ഡിമെൻഷ്യയുടെ ഒരു കോസ് Alzheimer's disease ആണ്. Among people age 65 and older, scientists estimate that around 4.5 million people, ദശലക്ഷം ആളുകൾക്ക് എ ഡി ഉണ്ട് for every five year age ഓരോ അഞ്ച് വർഷം കൂടുന്തോറും പേഴ്സൻറ്റേജ് ഡബിൾ ചെയ്യും അപ്പം ആലോചിച്ച് നോക്കി പ്രായമായി വരുമ്പോൾ അതിൽ പകുതി ആൾക്കാരും അൾഷമസ് ഡിസീസ് ഉള്ളവരാണ് by twenty fifty 13.2 million older Americans are expected to have AD. In the current numbers hold no preventive treatments become available. ഒരു പക്ഷേ നമ്മൾക്ക് ഇത് ഉണ്ടാവാനുള്ള കാരണം ഫാസ്റ്റ് ഫുഡും ഒക്കെ ആയിരിക്കാം കാരണം വ്യക്തമായ എവിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് വളരെ കൂടുതലാണ് പിന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നു എന്നൊരു കാരണമാണ് പണ്ട് ലൈഫ് എക്സ്പെക്റ്റൻസി എറിക്സന്റെ തിയറി എന്ന് പറയുന്നത് അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സൊക്കെ എങ്കിൽ ഇന്നത് യു എസിലൊക്കെ തൊണ്ണൂറ് വയസ്സായി മാറി നമുക്കും കേരളത്തിലൊക്കെ ഏകദേശം എഴുപത് എഴുപത്തെട്ട് എൺപതൊക്കെ ആയി മാറി അതും ഒരു കാരണമാണ് ഓക്കെ പിന്നെ ഹോമില് മറ്റേ അതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഇന്നലെ ബ്രെയിനിൻ്റെ കാര്യങ്ങൾ കുറച്ച് പഠിച്ചതാണെങ്കിലും കുറച്ചും കൂടി വിശദമായിട്ട് ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പഠിച്ചു നോക്കും ഇതൊക്കെ വെറുതെ ഒന്ന് കാണുക നമ്മുടെ ന്യൂറോൺസ് എപ്പോഴും മനസ്സിലാക്കുക ബില്യൺ അനേക ലക്ഷങ്ങൾ കോടികൾ ഉള്ള ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിലുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ ന്യൂറോൺസിനെയാണ് ഇത് ബാധിക്കുന്നത് ന്യൂറോൺ നശിച്ചു പോകുന്നത് എങ്ങനെയാണ് എന്ന് വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നിട്ട് നിങ്ങൾ ഈ ബുക്ക് വായിച്ചാൽ വല്ല മനസ്സിലാവും അല്ലാതെ നിങ്ങളുടെ ഈ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്കും അറിയാം അപ്പോൾ രണ്ട് ഹെമിസ്ഫിയർ ഉണ്ട് ഹെമിസ്ഫിയർ തന്നെയാണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ബ്രെയിനിൻ്റെ വെയിറ്റ് ഔട്ടർ ലെയറിന് സെറിബ്രൽ കോർട്ടക്സ് എന്നാണ് പറയുക ഇനി ഇതിൽ സെറിബെല്ലത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് സൈസിൽ ടെൻ പെർസെന്റ് സെറിബെല്ലം വരുമ്പോൾ more than fifty percent of the ന്യൂറോൺസിന്റെ കോൺസെൻട്രേഷൻ വരുന്നത് സെറിബെല്ലത്തിലാണ് ഇതാണ് എന്ത് ചെയ്യുന്നത് receives information from eyes ears and muscles joints and body's movement and position ഇപ്പൊ ഐ ഇയർ കേൾവി കേൾവി ആ ചിന്തകൾ അതിൽ ഇന്നലെ പറഞ്ഞു സെൻട്രൽ സൾക്കസ് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണിച്ചു ആ പോർഷനിലേക്കുള്ള ന്യൂറോണൊക്കെയാണ് കംപ്ലീറ്റ് ഹെമിസ്ഫിയർ ആയിട്ട് മറ്റുള്ള എല്ലാ മറ്റെല്ലാ ലോബുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അവിടെയൊക്കെ ഡാമേജ് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ നടക്കുന്നില്ല മരുന്നുണ്ടായിരുന്നെങ്കിൽ പണ്ടേ മരുന്ന് കമ്പനികൾ മത്സരിച്ച് മരുന്നുണ്ടാക്കിയനല്ലോ ഉണ്ടാക്കാൻ കഴിയുന്നില്ല അത് എന്താ കാരണം എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് അതിൻ്റെ പ്രധാന പോയിന്റിലേക്ക് വരാം ഇതാണ് അതിൻ്റെ കാരണം plaques and tangles the brains of the people with Alzheimer's disease have an abundance of two abnormal structure രണ്ട് അബ്നോർമൽ സ്ട്രക്ചർ ഇവരുടെ ന്യൂറോൺസിനെ ബാധിക്കുന്നു ഡോക്ടർ ഷമീത എപ്പോഴെങ്കിലും ഇതൊക്കെ വായിക്കാൻ ഇടയായിട്ടുണ്ടോ യെസ് ഇത് ഏറ്റവും ഇപ്പൊ എല്ലാ ഡോക്ടേഴ്സും നിർബന്ധമായിട്ടും ഇതെല്ലാം പഠിച്ചിരിക്കണം കാരണം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊന്നും സാധ്യമല്ല പക്ഷേ മെമ്മറി പോകുന്ന ആ നിമിഷം മുതൽ അവരുടെ പഴയ മെമ്മറികളെ സംരക്ഷിച്ചെടുക്കാനായിട്ട് ഉള്ള മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ് മെത്തേഡുകളും ട്രെയിനിങ്ങുകളും ഉദാഹരണമായിട്ട് ബാത്റൂം റെഡ് ആക്കി മാറ്റുക റെഡ് പെയിന്റ് അടിക്കുക അതാണെന്ന് നേരത്തെ അപ്പോൾ അത്ര കാലം അവർക്ക് അത് ആ റെഡ് എന്ന കളറിനോട് ഒരു അഫിനിറ്റി ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പല മെത്തേഡ്സിലൂടെ ചെയ്യാം ഈ പ്ലേഗ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കാരണം ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണവും ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിരിക്കാം എന്ന് വിശ്വസിക്കാനേ ഇപ്പോൾ തൽക്കാലം പറ്റുള്ളൂ അത് ഏതൊക്കെയാണ് ഈ plaque and tangles beta amyloid plaque which are dense deposits of protein and cellular material that accumulate outside and around nerve cells എന്ന് പറഞ്ഞാൽ neuron neurofibrillary tangles abnormal accumulations of protein called tau get collected inside the neuron അപ്പം ഇതിൻ്റെ ഔട്ട്സൈഡിലും ഇൻസൈഡിലുമായിട്ട് ടാങ്കിൾസും പ്ലേക്കും വന്ന് നിറയുന്നതാണ് സെല്ല് ഡാമേജ് ആവാൻ കാരണം which are twisted fibres and build up inside the nerve wall അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു sticks through the neuron membrane Enzymes cut the APP into fragments of protein including beta amyloid. ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏട്ടാ ന്യൂറോണൊക്കെ കട്ട് ചെയ്ത് വിഘടിച്ച് പോണ കണ്ടോ പിക്ചർ കാണാമോ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോകുന്നു നല്ലൊരു സ്ലൈഡാണ് ഈ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇന്ന് ഇട്ട് തരാം വീണ്ടും വീണ്ടും പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത് ഇനി എനിക്ക് വളരെ വിശദമായിട്ട് ലാംഗ്വേജിൻ്റെ ഒരെണ്ണമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ നിങ്ങൾക്ക് അത്രമാത്രം പഠിക്കാനുണ്ട് പക്ഷെ ഡെസ്ലെക്സിയ മാത്രം ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായി പഠിപ്പിക്കുന്നു അതിന് അത്രയും കോമൺ ആണ് അത് പഠിക്കണ എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ മറ്റുള്ളത് പഠിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് സ്പോൺ ഫീഡ് ചെയ്യണ പോലെ എല്ലാം പഠിപ്പിക്കാൻ നമ്മളെ ടൈം ഉണ്ടാവില്ല പക്ഷെ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി പഠിപ്പിച്ചു തരാം ഡിസ്ലെക്സിയ എന്താണെന്ന് ഞാൻ വിശദമായിട്ട് എടുക്കാൻ പോവാണ് ഡിസ്ലെക്സി എന്താണെന്നാ നിങ്ങളൊക്കെ തിരിച്ചു വെച്ചിരിക്കണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഡിസ്ലെക്സിയ എന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ക്ലാസ് നമുക്കൊന്ന് നോക്കാം നമുക്ക് ദി അൺലോക്കിംഗ് ഡിസ്ലെക്സിയ നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഈ സ്ലൈഡൊന്നും ഇപ്പം അവൈലബിൾ ആയി കാണുന്നില്ല ഞാൻ വളരെ പതിറ്റാണ്ട് മുമ്പൊക്കെ എടുത്തു വെച്ചതാണ് അന്നതൊക്കെ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാൻ തന്നെ പൈസ കൊടുത്തൊക്കെ അൺലോക്ക് ചെയ്യേണ്ടി വന്നു ഇന്നിപ്പോൾ അതൊന്നും അവൈലബിൾ ആയി കാണുന്നില്ല ദി പിക്ചർ ഓഫ് ഡിസ്ലെക്സിയ ഈ ആരാണിത് വാട്ട് എന്താണിത് എപ്പോഴാണിത് വരുന്നത് വെയർ എവിടെയാണ് why and what it looks like what to do എന്ത് ചെയ്യണം ഡിസ്ലെക്സിയ അൽജൈമേഴ്സിന്റെയാണ് സർ സ്ലൈഡ് സ്റ്റിൽ അൽജൈമേഴ്സിന്റെയാണ് എ ഡി ആൻഡ് ബ്രെയിൻ ആണോ അല്ല ഡിസ്ലെക്സിയ കാണുന്നത് എനിക്ക് ഇതാണ് കാണുന്നത് ഓക്കെ അത് എനിക്ക് അറിയില്ല നമ്മൾ ഡിസ്ലെക്സിയയുടെ തന്നെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ ഫൈൻ ഞാൻ ഷെയർ ചെയ്തേക്കണ എന്തായാലും ഇപ്പോൾ ആണ് മറ്റത് ഞാൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് അവിടെ നിൽക്കുന്നത് നിങ്ങളുടെ നെറ്റ് സ്റ്റാൻഡ് ആയി സ്റ്റാൻഡ് സ്റ്റില്ലായി കാണും ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ dyslexia is not a visual problem എപ്പോഴും മനസ്സിലാക്കുക not a visual problem not lack of intelligence എപ്പോഴും മനസ്സിലാക്കുക ലാക്ക് ഓഫ് ഇൻ്റലിജൻസ് അല്ല not due to lack of effort ഇനി സ്റ്റുഡൻറ് കഷ്ടമാണ് കുട്ടികളെ അതുപോലെ ടാക്സ് ചെയ്യേണ്ട ഡിസ്ലക്സിയ നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും ബുദ്ധിയുണ്ടല്ലോടാ കളിക്കാനും ബാക്കി ഭക്ഷണം കഴിക്കാനും യാത്ര പോകാനും ഒക്കെ നിനക്ക് താല്പര്യമുണ്ട് പഠിക്കുക മാത്രം എന്താടാ നിനക്ക് കുഴപ്പം അതാണ് സ്പെസിഫിക് ലാംഗ്വേജ് ഡിസോർഡർ ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ അതും ഡെസ്ലക്സിയും തമ്മിൽ കൂട്ടിക്കുഴക്കല്ലേ അത് സമയം കിട്ടുമെങ്കിൽ അത് ഞാൻ എടുത്തു തരാം എനിക്ക് സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആറ് ഇരുപതായി ഇത് തന്നെ പഠിപ്പിക്കാൻ നല്ല സമയമുണ്ട് സ്പെസിഫിക് ലാംഗ്വേജ് ഡിസോർഡർ മാത്രം ഞാൻ പറ്റിയ ഞാനൊന്ന് കാണിച്ചു തരാം അതും തമ്മിലൊന്നും കൂട്ടിക്കുഴക്കരുത് അതും ഇത് രണ്ട് രണ്ടാണ് ഇത് ഈ കുട്ടിക്ക് ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് പഠിക്കാൻ മാത്രം പറ്റാത്തൊരവസ്ഥ not due to lack of effort കുട്ടി എഫേർട്ട് എടുക്കാഞ്ഞിട്ടല്ല നോട്ട് എ ഡെവലപ്മെന്റ് ലാഗ് ഏതെങ്കിലും കാരണവശാലും ഡെവലപ്മെന്റ് ലാഗ് വന്നിട്ടുള്ളതുമല്ല not uncommon five to seventeen point five percent നിസ്സാരമായി കരുതണ്ട ഇത് സ്വന്തം ലാംഗ്വേജിലെ കാര്യമാണ് പറയണത് നമ്മൾ വിദേശ ലാംഗ്വേജ് ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ ഡിസ്ലെക്സി ഉള്ള കുട്ടികൾക്ക് അത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ആൾക്കാരെ ഇന്ന് ഇന്ന് എൻ്റെ അറിവിൽ ഞാൻ എൽ ഡിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഡിസ്ലെക്സിയെ പ്രധാനമായിട്ടും നോക്കി പരിഹരിച്ചു കൊടുക്കുന്ന ഒരാളാണ് എനിക്ക് സംശയ ഇല്ലാതെ പറയാൻ പറ്റും സംശയലേശമന്യേ പറയാൻ പറ്റും around twenty percent of the people ഈ ഡെസ്ലെക്സിയുടെ പ്രോബ്ലം അവർക്കുണ്ട് പക്ഷേ ഈസി ആയിട്ട് ഓവർകം ചെയ്യാവുന്നതാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇതിനില്ല കാരണം അതിന് പ്രത്യേക രീതിയിലുള്ളൊരു മൊഡ്യൂള് പഠിപ്പി ഉണ്ടായാൽ മതി ഇനി അതാണ് ഇതിനുള്ള ഇത്രയും നേരം ഞാൻ വൈകിട്ട് പിന്നെ ഒരു സെൻറ്റൻസ് പിടാൻ കാരണം ഇതാണ് not responsive to standard reading instruction അപ്പോൾ എന്ത് മനസ്സിലായി മറ്റുള്ളവർക്ക് സ്റ്റാൻഡേർഡ് റീഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഡെസ്ലെക്സിയ കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് റീഡിംഗ് അല്ല കൊടുക്കണ്ടേ ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലി മൊഡ്യൂൾഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് കൊടുക്കണം അപ്പോൾ അവരുടെ പ്രശ്നം ഓരോ കുട്ടിക്കും ഓരോ തരത്തിലായിരിക്കാം അല്ലെങ്കിൽ കുറേ കുട്ടികൾക്ക് ഒരു തരത്തിലായിരിക്കും ഇനി മറ്റൊന്ന് മനസ്സിലാക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കുട്ടികളോട് ഞാൻ ക്ലാസ്സിൽ ചോദിച്ചു ഞായറാഴ്ച എന്താണ് പ്രിപ്പോസിഷൻ കുട്ടികളൊക്കെ പറഞ്ഞു ഡാറ്റ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഫില്ല് ചെയ്യണമല്ലേ സാറേ പ്രിപ്പോസിഷൻ ബിയോണ്ട് ബിറ്റ്വീൻ ഒക്കെ അല്ലേ അല്ല അതല്ല പ്രിപ്പോസിഷൻ പ്രീ പൊസിഷൻ അർത്ഥമായി അർത്ഥതുല്യ അർത്ഥത്തോടു കൂടി ഒരു വാക്കിനെ പ്രതിഷ്ഠിക്കുന്നതാണ് പ്രിപ്പോസിഷൻ അർത്ഥപൂർണമായിട്ട് എന്ന് പറഞ്ഞ പോലെ ഡിസ്ലെക്സിയ ഇവിടെ അതാണ് വിദേശ സ്ലൈഡുകളുടെ ഗുണം ആ ഡിസ്ലെക്സിയ എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ അവർ എഴുതിക്കണം dys means trouble lexia means words ഇതൊക്കെ ഗ്രീക്കിൽ നിന്ന് ലാറ്റിൻ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് തനതായ ഒരു ഭാഷയല്ല ഡിസ് എന്ന് പറഞ്ഞാൽ trouble lexia means words trouble words എന്നാണ് ഡിസ്ലെക്സിയ കൊണ്ട് അർത്ഥം അല്ലാതെ അക്ഷരങ്ങൾ തിരിഞ്ഞു പോയി വായിക്കാൻ പറ്റണില്ല ഇതൊന്നും അല്ല അതിനുള്ള ഉത്തരം ഉത്തരം വളരെ സിമ്പിൾ സിമ്പിളാണ് dyslexia means trouble with words neurological in origin genetic ആണ് ഈ ഏതെങ്കിലും തലമുറയിൽ ഇവരുടെ ഏതെങ്കിലും പാരന്റൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവും പക്ഷെ അവരത് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇനി ലൈഫ് ലോങ് എന്ന് വെച്ച് ഇതും പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിനെ പേടിപ്പിക്കാനോ ത്രട്ടൺ ചെയ്യാനോ അല്ല പറയണത് ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഇപ്പൊ വിക്കല് സുധി സുധി വാഗ്മേകം എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ നിങ്ങൾ ആ സിനിമയിൽ ജയസൂര്യക്ക് വെക്കുണ്ട് വെക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ അതിനെ ഓവർകം ചെയ്ത് സ്മാർട്ടായിട്ട് പ്രസംഗിക്കുന്ന ഒരു സീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് ഇവിടെ ലൈഫ് ലോങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് എസ് സി ഉള്ള കുട്ടികളെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പൊ സർ ഒരു ചെറിയ ഡൗട്ട് ആണ് ബേസിക് ആയിട്ട് ലൈക് എനിക്കൊരു എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ലൈക് ബോർഡർ ലൈൻ ആണ് അത്ര വലിയതായില്ല അപ്പം അത് മാത്രമാണോ എല്ലായിടത്തും അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ not responsive to standard reading instruction standard reading instruction മാറ്റിയിട്ട് ഈ കുട്ടിയെ ഞാൻ നല്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി കേണൽ എന്ന് പഠിക്കുമ്പോൾ കൊളോണൽ എന്ന് വായിച്ചാൽ അവനെ കൊളോണൽ എന്ന് തന്നെ വായിക്കാൻ പഠിപ്പിക്കുക അവൻ അങ്ങനെ വായിച്ചോട്ടെ ചില വാക്കുകൾ മാത്രം ചില പെർട്ടിക്കുലർ വാക്കുണ്ടാവുമല്ലോ ഉദാഹരണമായിട്ട് വായിക്കുമ്പോൾ ട്വിസ്റ്റഡ് ആയിട്ട് വായിക്കേണ്ടി വരും അപ്പോൾ അവന് കാരണം എന്താ സി യു ടി കട്ടാണെങ്കിൽ പി യു ടി പുട്ടാണ് സി യു ടി കട്ടാണെങ്കിൽ പി യു ടി പുട്ടാണ് ഇംഗ്ലീഷിൽ അപ്പോൾ ഇംഗ്ലീഷിനൊരു ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് ഡെസ്ലക്സിയ ഉള്ള കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ആ കുട്ടിയെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വായിപ്പിക്കാൻ പറ്റണം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് അങ്ങനെ ട്വൻറ്റി പെർസെൻറ്റ് വേർഡേ ഉണ്ടാവുള്ളൂ ആ വേർഡ് അവന് ഇഷ്ടമുള്ള പോലെ വായിച്ചോട്ടെ എന്ന് പറയാം അത് കറക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട പിന്നീട് അവനെ കറക്റ്റ് ചെയ്തെടുക്കാം അതാണ് not responsive to standard reading instruction എന്ന് പറയുന്നത് ന്യൂറോളജിക്കലി എന്ന് പറഞ്ഞ് ജനറ്റിക് ആണ് ലൈഫ് ലോങ് ആണ് ഇതിനെ ഓവർകം ചെയ്യാനേ പറ്റുള്ളൂ ഓവർകം ചെയ്ത് ഈസി ആയിട്ട് സുധീ സുധീ വാഗ്വിധത്തിൽ വിക്ക് ഓവർകം ചെയ്ത് പ്രസംഗിക്കണ പോലെ ഡിസ്ലെക്സിയുള്ള കുട്ടികളെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും പക്ഷെ അവരെ ടാക്സ് ചെയ്യരുത് core deficit in phonological component of language ഈ ബിറ്റ് ബിറ്റായിട്ട് ആണ് ലാംഗ്വേജിനെ കാണേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എ ഇ ഐ ഒയോ അല്ല വവൽ എന്നൊക്കെ പഠിപ്പിച്ചിരുന്നു വീണ്ടും അതൊക്കെ ഇവിടെ പറയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴാർക്കെങ്കിലും സംശയമുണ്ടോ ഈ ക്ലാസ്സിലെ വവൽ എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒയോ അല്ല എന്നുള്ള കാര്യത്തിലെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടോ എ വവൽ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുമോ അങ്ങനെയല്ലേ സാർ പഠിച്ചിട്ടുള്ളത് വവൽ അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അല്ലേ ആ ഓഫ്ലൈനിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല ഞാൻ കാണിച്ച് കാണിപ്പിച്ചു കൊടുത്തിരുന്നു കുട്ടികളെ കൊണ്ട് ക്ലാസ്സിൽ എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അതായത് A E I O U എന്ന് പറയുന്നത് അല്ല വവൽ അതുകൊണ്ടാണ് ആൻ അവർ എന്ന് പറയുന്നത് അവറിന് മുമ്പിൽ ആൻ ചേർക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ ടീച്ചറെ അത് A E I O U അല്ലല്ലോ തുടക്കത്തിൽ എന്താ അവറിന് മോനെ അവിടെ എച്ച് സൈലന്റ് ആണ് അതുകൊണ്ട് ആ ശബ്ദം വരണു അങ്ങനെയല്ല പറയേണ്ടത് ആ എ ഇ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ എന്നാൽ ഓഫ്ലൈനിൽ ഇല്ലാത്തവർ ഇപ്പോൾ വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ ആ ആ എ ഇ എ ഒ ഉ ആ എ ഇ എ ആന്ന് ഇട്ടിട്ട് മുകളിൽ ചന്ദ്രക്കല അതാണ് എ ഉദാഹരണമായിട്ട് അവൻ അവൻ എന്നുള്ളതിന് ആ ആയാണ് ഉപയോഗിക്കേണ്ടത് ഓവൻ എന്ന് പറയാൻ പാടില്ല അപ്പം ആ എ ഇ എ ഒ ഉ ഇതിൻ്റെ ഹ്രസ്വവും ദീർഘമായ ശബ്ദവും ഐ ഒ യു ഔ അത് പിന്നെ പോട്ടെ അത് നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി അത്രയും കാര്യങ്ങൾക്ക് ശബ്ദം എവിടെ വന്നാലും അവിടെ ആൻ ചേർക്കണം അപ്പോൾ അതുകൊണ്ടാണ് അവറിന് ആ ശബ്ദം വരണോണ്ട് ആൻ ചേർക്കണം എക്സ്റേ എ ശബ്ദം വരണോണ്ട് അല്ലേ ആ എ ഇ ഒ ഉ അല്ലേ എക്സ്റേ എ ശബ്ദം വരണോണ്ട് അവിടെ ആൻ ചേർക്കണം ഇനി വവലില്ലാത്തൊരു വാക്കെന്ന് പറഞ്ഞാൽ ട്രൈ ക്രൈ ഫ്രൈ ഒന്നും ഡിത്തോങ് ഉള്ളതുകൊണ്ട് അത് വവൽ ഉണ്ട് അതിൽ R H Y T H എത്തിൽ എ യു ഇല്ല R H Y T H അമൃതം അതിലെന്താ വവലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാ പ്ലസ് ഇ ആണ് റീ അതിൽ ഇ ഉണ്ട് ആൻ ചേർക്കാൻ വേണ്ടി ഉള്ളതല്ലാട്ടോ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ എ യു ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എ യു ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ആ എ ഇ എ ഒ ഉ ശബ്ദങ്ങൾ തുടക്കത്തിൽ വന്നാൽ അവിടെ ആൻഡ് ചേർക്കണം എന്ന് പഠിപ്പിച്ചാൽ കുട്ടിയുടെ പ്രശ്നം തീരും ഇതുപോലെ കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ ഓ ഡെഫിനറ്റ്ലി വവ്വൽ എന്ന് പറഞ്ഞത് എ ഐഒയു വവ്വൽ ആവാൻ ഒരു കാരണമുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാല ആൽഫബറ്റ് ആൽഫബറ്റ്സ് എന്ന് പറയാൻ പാടില്ല ആൽഫബറ്റ്സ് ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ പ്ലൂറിലാണ് ലെറ്റേഴ്സ് ഓഫ് ദി ആൽഫബറ്റ് ഇരുപത്തി ആറ് ലെറ്ററിനെ എട്ടായിട്ട് തിരിക്കുമ്പോൾ അതിനെ ഉദാഹരണം നിങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് വേണ്ട ക്ലാസ്സിൽ മിനിങ്ങാൻ്റെ ക്ലാസ്സിൽ ഞാൻ ചെയ്യിച്ചിരുന്നു അതായത് A E I O U എന്ന് പറയാം A E I O U എന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് പറയാം അതിനെ പറയുമ്പോൾ നിങ്ങളുടെ ചുണ്ടുകൾ ഒരിടത്തും മുട്ടുന്നില്ല വായു പുറത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അതിനെ വവ്വൽ എന്ന് വിളിക്കുന്നത് അല്ലാതെ ആൻ ചേർക്കാനുള്ള ഒരു ഉപാധിയേ അല്ല പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സ്കൂളിലൊക്കെ അധ്യാപകർ പഠിപ്പിച്ചു വച്ചേക്കുന്നത് എങ്ങനെയാണ് എ യു e എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻ ചേർത്തോളൂ അപ്പോൾ അവരിനെന്താ ആൻ ചേർക്കേണ്ടാത്ത അത് എച്ച് സൈലന്റ് ആയതുകൊണ്ടാണ് എക്സറേക്ക് അത് അങ്ങനെയാണ് പിന്നെ ടീച്ചർ ചോദിച്ചാൽ ടീച്ചറിന് ദേഷ്യം വരും അങ്ങനെയല്ല കുട്ടികളെ പ്രത്യേകിച്ചും ഡിസ്ലക്സിയ ഉള്ള കുട്ടികളെ വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെ കഴിയാത്തതാണ് ഈ കുട്ടിയുടെ പ്രശ്നങ്ങളെ തീർക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അതായത് വവ്വല എ e ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ആ e, എ ഇ ഒ ഉ ശബ്ദങ്ങൾ വന്നാൽ തുടക്കത്തിൽ വന്നാൽ അവിടെ ആം ചേർക്കണം ഉദാഹരണമായിട്ട് യൂണിവേഴ്സിറ്റി യു അല്ലേ കുട്ടികൾ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു ആൻ ആൻ യൂണിവേഴ്സിറ്റി ആണോ എ യൂണിവേഴ്സിറ്റി ആണോ എ യൂണിവേഴ്സിറ്റി ആണ് ആൻ യൂണിവേഴ്സിറ്റി അല്ല യു എന്നാണ് അവിടെ ശബ്ദം വരുന്നത് ഇപ്പൊ ക്ലിയർ ആണോ ഷാജിക്ക് ചോദിച്ചത് മൈ നെയിം ബിന്ദു ഞാൻ അവിടെ എന്തൊരു സ്ലൈഡ് പോലെ കണ്ടുകൊണ്ട് ചോദിച്ചത് okay are you clear now sir okay അപ്പൊ core deficit in phonological component of language എങ്ങനെയാണ് ഫൊണോളജിക്കൽ കമ്പണന്റ് എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ അത് എങ്ങനെയാണ് ഫൊണോളജിക്കൽ കമ്പണന്റ് നിങ്ങൾ ഞാൻ പഠിപ്പിച്ചുതരാം വളരെ എളുപ്പമാണ് അതേ ഞാൻ ഒരെണ്ണം മാത്രം വിശദമായി പഠിപ്പിക്കുന്നു ബാക്കിയുള്ളവർക്ക് ഇതുപോലെ പഠിപ്പിക്ക നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ വെറുതെ A E I O U എന്ന് നേരെയല്ല താഴെ താഴെ എഴുതൂ A E e, I O U എന്ന താഴെ താഴെ താഴെ എഴുതൂ എന്നിട്ട് ആ എ ഇ ഐ ഒയുടെ താഴെ ബി എല്ലായിടത്തും ബി ബി ബി എന്ന് എഴുതും അഞ്ചു പ്രാവശ്യം B B B B B അപ്പൊ നിങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ എന്ത് കിട്ടി ബാ ബേ ബി ബോ ബു കിട്ടിയോ ഇല്ലയോ നിങ്ങൾക്ക് എത്ര താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കണേ സോ മച്ച് അപ്പൊ ബാ ബേ ബി ബോ ബു എന്ന് കിട്ടിയില്ലേ അപ്പൊ ഇതിന് പറയുന്നതാണ് ഒരു ബിറ്റ് ശരിക്കും പറഞ്ഞാൽ മോർഫേം എന്നാണ് അതിന് ടെക്നിക്കലി പറയേണ്ടത് പക്ഷെ നമ്മൾ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ബിറ്റ് അപ്പൊ ബാ എന്ന ബിറ്റ് ബേ എന്ന ബിറ്റ് ബി എന്ന ബിറ്റ് ബോ എന്ന ബിറ്റ് ബു എന്ന ബിറ്റ് അങ്ങനെ ഇത്രയും ബിറ്റുകൾ കിട്ടി ഇനി നിങ്ങൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ബി എഴുതിയ പോലെ റൈറ്റ് സൈഡിൽ എല്ലായിടത്തും T T T T T എന്ന് എഴുതു T T T T T എന്ന് എഴുതു അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി be it a bat, be it a bet, uh, AEI, uh, bit, bought, but. ഇത്ര കിട്ടിയില്ലേ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ആ ടീ ടീക്ക് സ്ലൈറ്റ് ആയിട്ടൊരു വര ടീമ കൊടുത്താല് നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനത്തെ ബെറ്റ് ഇങ്ങനത്തെ ബിറ്റ് ഏത് ബിറ്റ് കിട്ടി ബാ ബേ ബി എന്നുള്ള കിട്ടി നിങ്ങൾ അതേ സമയം തന്നെ എന്ത് ചെയ്യണം എല്ലാ ബിയും ചെറുതായിട്ടൊരു വര വരയ്ക്കുക അപ്പം നിങ്ങൾക്ക് അടുത്ത ബിറ്റ് കിട്ടി അറ്റ എറ്റ ഇറ്റ് ഓട്ട് അട്ട് എന്ന് കിട്ടി കിട്ടിയോ ഏതെങ്കിലും ഒരു ലെറ്റർ അപ്പോ നിങ്ങൾ ഇനി ഏത് വേണമെങ്കിലും ഇപ്പൊ ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ള മുകളിൽ ഒരു വാക്ക് എടുത്തു വെച്ചോ പഠിക്കാൻ പറ്റാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ പഠിക്കാൻ പഠിപ്പിക്കണം ഇപ്പോൾ ഉദാഹരണമായിട്ട് തൊട്ട് മുമ്പില് ലൈഫ് ലോങ് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് എന്നൊരു വാക്ക് വന്നില്ല ഇതാ ഇവിടെ നോക്കൂ എൻവയോൺമെന്റ് അപ്പൊ ഈ കുട്ടിയെ ബിറ്റാക്കി പഠിക്കുക ഒരു ഒരു എ ഐഒയു നമുക്ക് നമ്മൾ പറഞ്ഞു നമുക്ക് എ ഐഒയു ആൻ ചേർക്കാനേ വിരോധമുള്ളൂ അല്ലാതെ മറ്റത് വവ്വലല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല ഇപ്പൊ ഇങ്ങനെ കുട്ടിയെ പഠിപ്പിക്കണം മോനെ വവ്വലും ഒരു ബാക്കി വവ്വലൊഴിച്ച് ബാക്കിയുള്ളതിന് എന്താ പറയണേ പറയണേ അപ്പോ ഈ കഴിഞ്ഞിട്ട് ഈ വവ്വലും എൻ കൺസണന്റും അല്ലേ അപ്പൊ അതൊരു ബിറ്റാണ് ഇപ്പൊ നമ്മൾ പഠിച്ച ബിറ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു വവ്വലും ഒരു കൺസണന്റും വന്നു കഴിയുമ്പോൾ ഒരു ബിറ്റാണ് പിന്നെ ലോജിക്കും കൂടി ഉപയോഗിക്കണം അപ്പൊ ഇ e എൻ എൻ എന്നുള്ള ഒരു ബിറ്റാണ് വി ഐ ആർ വിർ അടുത്ത ബിറ്റാണ് അപ്പൊ എൻ വിർ O N on M E e N T എപ്പോൾ വന്നാലും മെൻറ്റാണെന്ന് പഠിപ്പിക്കണം ഏ നോക്കി ടി ഐ ഒ എൻ എപ്പോൾ വന്നാലും ഷന്നാണ് സി ഐ ഒ എൻ എപ്പോൾ വന്നാലും ഷന്നാണ് എസ് ഐ ഒനെ പോന്നാലും ഷണ്ണാണ് എന്ന് കുട്ടിയെ പഠിപ്പിക്കുക അപ്പോൾ കുട്ടി എൻവിറോൺമെൻറ്റ് ശരിക്കും വായിക്കുക അപ്പോൾ ചിലപ്പോൾ കുട്ടി എങ്ങനെ വായിക്കും എൻവിറോൺമെൻറ്റ് എന്നേ വായിക്കുള്ളൂ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക വേഗം രണ്ട് പേരൻസ് ഇത്രയൊക്കെ ഇത്രയും ഒന്നും പറ്റാത്ത കുട്ടിയാണ് കേട്ടോ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ പഠിപ്പിച്ചെടുക്കണത് വേഗം തന്നെ അമ്മ അടുത്ത ആക്രോശം ഇപ്പം നിന്നെ പഠിപ്പിച്ചല്ലോ പിന്നെ നീ എൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പഠിപ്പിക്കാതെ ഒരു തല്ല് ഇങ്ങനെ ഉപദ്രവിക്കുകയാണ് കുട്ടികളെ ചെയ്യുന്നത് ഈ കുട്ടിയെ ഇത് ഓവർകം ചെയ്യാൻ കുട്ടിയുടെ കൂടെ നിൽക്കണം അതാണ് അടുത്ത സ്ലൈഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ബിറ്റിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ ഇങ്ങനെ ഓരോ ബിറ്റുകൾ വേർതിരിച്ച് കുട്ടിയെ പഠിപ്പിക്കണം കോമൺ ആയിട്ടുള്ളതിനെ കോമൺ ആയിട്ട് പഠിപ്പിക്കണം അപ്പോൾ ഈ പിന്നെ ഇ എയും ഇപ്പോൾ ഫെദറും വെതറും ഫെദറും വെതറും ഫീസ്റ്റ് ഇ എ വരുമ്പോൾ ചിലപ്പോൾ ഇ എന്ന ശബ്ദം വരും ചിലപ്പോൾ എ എന്ന ശബ്ദം വരും ചിലപ്പോൾ ഇ e എന്ന ശബ്ദം വരും അപ്പോൾ ഇത് കുട്ടിയെ മനസ്സിലാക്കണം മോനെ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടത് മോൻ്റെ കുഴപ്പമല്ല ഈ ഭാഷയുടെ കുഴപ്പമാണ് മോൻ പറയണത് ശരിയാണ് എന്ന് തന്നെ കൂടെ നിർത്തി പഠിപ്പിച്ചെടുക്കേണ്ടി വരും കുട്ടികൾ പക്ഷേ ചില പേരൻസ് ഒട്ടും സമ്മതിക്കില്ല സാർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ വഷളായി പോകും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ ഇതിലൊരു എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ മാറ്റിയെടുക്കാമെന്ന് ഉറപ്പ് പറയണത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ലിമിറ്റേഷനാണത് മലയാളത്തിൽ ഇങ്ങനെ പ്രശ്നമില്ല കേട്ടോ മലയാളത്തിൽ വളരെ കുറച്ച് അക്ഷരങ്ങൾക്ക് മാത്രമേ നവം നവം അതായത് പുതിയത് ഒമ്പത് അങ്ങനെയുള്ള നാനാർത്ഥങ്ങൾ കുറച്ച് വാക്കുകൾക്ക് ഉണ്ടെന്നല്ലാതെ മലയാളം അക്ഷരങ്ങൾ പറക്കി വെച്ച വാക്കാണ് വാക്ക് പറക്കി വെച്ച സെന്റൻസ് ആണ് മലയാളം അറിയില്ല എന്ന് പറയുന്നത് വെറുതെ പറയണത് ഏത് കുട്ടിക്കും മലയാളം അറിയില്ല എന്ന് പറഞ്ഞാൽ if it is his mother tongue within a week ഞാൻ ഫ്ലുവൻ്റ് ആയിട്ട് വായിപ്പിച്ചു തരാം ഒരു ബുദ്ധിമുട്ടില്ല ഓക്കെ നൗ ലൈഫ് ലോങ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി എന്താണ് core deficit in phonology phonology എന്താണെന്ന് അത്യാവശ്യം ഞാൻ പറഞ്ഞു തന്നു ഇതല്ലേ ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഫോണറ്റിക്സ് ഒരു പേപ്പർ എടുത്ത് ഞാൻ എം എ ഇംഗ്ലീഷ് ചെയ്തു കാരണം ഇതിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ വേർഡ് റീഡിങ് ആണ് കുട്ടികൾക്ക് പ്രോബ്ലം ഉണ്ടാവും അതാണ് ഡിസ്ലെക്സിയ ട്രബിൾ വിത്ത് വേർഡ്സ് എന്ന് പറയുന്നത് അക്കമ്പനിങ് ചലഞ്ചസ് ഫിഫ്റ്റി പെർസെൻറ്റ് കാരണം എന്താ എ ഡി എച്ച് ഡി എന്നൊക്കെ പറയുന്ന A D D sensory motor difficulty behavioural problems ഒക്കെ വരുന്നത് മോർ ചലഞ്ചിങ് ടു റെമഡിയേറ്റ് വരുന്നത് ഈ കുട്ടിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാനായിട്ടാണ് കുട്ടിക്ക് വെറുതെ ഇഷ്ടംപോലെ ടാക്സിങ് കൊടുക്കുന്നു നിയന്ത്രണം പഠിക്കാത്ത എന്ന് പറഞ്ഞാൽ അടിയും വെച്ച് കൊടുത്ത് കുട്ടിക്ക് സ്കൂളിനും കുട്ടിയെ വേണ്ട വീട്ടുകാർക്കും കുട്ടിയെ വേണ്ട കൂട്ടുകാരും ഇല്ല അപ്പോൾ കുട്ടി ആകെ ഡിസ്ട്രസ്ഡ് ആയതുകൊണ്ട് മറ്റു ബിഹേവിയർ ഇഷ്യൂസ് വരുന്നത് ഇനി ലോക പ്രശസ്തരായ പലർക്കും വിൻസ്റ്റൺ ചർച്ചിൽ ജെഫ് കെനഡി ഇതുപോലെ തോമസ് എഡിസൺ ഇങ്ങനെയുള്ള പല വലിയ എൻ്റർപ്രണേഴ്സ് ഇങ്ങനെയുള്ള പലർക്കും ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് മൊണാലിസ അല്ലെ ഡിയനാർഡ് ഡാവിൻഷി അങ്ങനെ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിനൊക്കെ ഡിസ്ലെക്സിയ ഉണ്ടായിരുന്നു മുഹമ്മദ് അലി മുഹമ്മദ് അലിക്കൊന്നും എഴുതാനും വായിക്കാനും പറ്റില്ലായിരുന്നു പക്ഷേ വലിയൊരു ബോക്സറായി മാറി പക്ഷെ നമുക്കൊരിക്കലും ഇത് ഈ ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ലക്ഷക്കണക്കിന് ഒരാളായിരിക്കും വിദ്യാഭ്യാസം ഇല്ലാതെ രക്ഷപ്പെടുന്നത് വിദ്യാഭ്യാസം ഉണ്ടാക്കി ട്രെയിനിങ് കൊടുത്ത് അവരെ രക്ഷിച്ചെടുക്കുകയാണ് വേണ്ടത് വാട്ട് ടു ഡു ഇവിടെയാണ് ഏറ്റവും പ്രധാനം ഇവിടെയാണ് പേരൻസ് മനസ്സിലാക്കേണ്ടത് വാട്ട് ടു ഡു എന്നതിൽ കോമ്പൻസേറ്റ് ആര് കോമ്പൻസേറ്റ് ചെയ്യണം നമ്മൾ രക്ഷകർത്താക്കൾ ഈ മെത്തേഡ് പഠിച്ച് അധ്യാപകർ ഈ മെത്തേഡ് പഠിച്ച് സമൂഹം ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഈ കുട്ടിയെ കോമ്പൻസേറ്റ് റെമഡിയേറ്റ് റെമഡിയൽ എഡ്യൂക്കേഷൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് A E I O E മുതൽ ഫോണോളജിക്കൽ റൂൾ അനുസരിച്ച് ഞാൻ പലതും പറഞ്ഞ് റെമഡിയേഷൻ അതാണ് റെമഡിയൽ എഡ്യൂക്കേഷൻ അക്കോമഡേറ്റ് കുട്ടിയെ കൂടെ നിർത്തുക കുട്ടിക്ക് എന്ത് ഉണ്ടെങ്കിലും വട്ടപൂജ്യം വാങ്ങിച്ചു വന്നാലും അവനെ വിഷമിപ്പിക്കാതിരിക്കുക ശരിക്കും ഡെസ്ലക്സി ആണെന്ന് കണ്ടെത്തിയ പ്രൊമോട്ട് ചെയ്യുക അവൻ്റെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റിന് പ്രൊമോട്ട് ചെയ്യുക എനിക്ക് നല്ല അനുഭവമുണ്ട് ഒന്നും എഴുതാനും വായിക്കാനും പറ്റാത്ത കുട്ടിയെ ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള നാലെണ്ണവും അതായത് മലയാളം ഇംഗ്ലീഷ് സോഷ്യല് സയൻസ് ഒക്കെ ഞാൻ ശരിയാക്കി അപ്പോൾ അമ്മ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കൂടിയാണ് സാറേ എനിക്ക് മോശമാണ് അവന് കണക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ഇത്ര കണക്കെടുത്ത് പഠിപ്പിക്കാൻ പോവാം വേഗം അവരും നിർമ്മ എന്നെ എൻ്റെ അടുത്ത് പോലും കൊണ്ട് ഇപ്പോൾ സാറ് വായിപ്പിച്ചെടുത്തൊക്കെ ശരിയായല്ലോ ഇനി ഞാൻ കണക്ക് പഠിപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞു രണ്ട് മാസം കുത്തിയിരുത്തി കണക്ക് പഠിപ്പിച്ചു കണക്കും പഠിച്ചില്ല ഞാൻ പഠിപ്പിച്ചതൊക്കെ പോയി എന്താ അതിന് കാരണം കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഏഴാം ക്ലാസ്സിലാണ് കുട്ടിക്ക് ബേസ് ഒന്നുമില്ല ഈ ബേസ് നമ്മൾ ഉണ്ടാക്കി ഓരോ കട്ടകൾ കട്ടകൾ വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുമ്പോൾ വീട്ടുകാർ കോപ്പറേറ്റ് ചെയ്യില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദാറ്റ് ഇസ് എ പ്രോബ്ലം ഇനി ഒരു വലിയ സ്റ്റോറി പറയാൻ പോവാണ് ഈ സ്റ്റോറിയാണ് എല്ലാ പ്രോബ്ലം സൊല്യൂഷനുള്ള ഒരു ഉത്തരം if you do not know the cause you get instructional paradigms build on faulty assumptions എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം പിന്നെ മനസ്സിലാക്കി തരാം ഞാനൊരു സ്റ്റോറി പറയാം നിങ്ങൾ നിങ്ങളുടെ ചുമരിൽ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന മുറിയുടെ ചുമര് കൽക്കുമ്മായി ഒന്നുമല്ല നന്നായിട്ട് സിമെൻ്റൊക്കെ ഇട്ടിരിക്കുന്ന ഇപ്പം എല്ലാ വാളുകളും അങ്ങനെയാണ് ആണെങ്കിൽ നിങ്ങളൊരു ആണി എടുത്ത് അതിൽ അടിക്കാൻ നോക്കിയാൽ ആണി തെറിച്ചു പോവുള്ളൂ അടിച്ചു കയറ്റാൻ പറ്റില്ല ശരിയല്ലേ അപ്പോ നിങ്ങളെ വീ നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു ടൂളുള്ളൂ നിങ്ങളുടെ കയ്യിൽ ആകെ ഒരേ ഒരു ടൂളുള്ളൂ ഏത് ടൂളാ ഒരു ചുറ്റിക ആ ചുറ്റികയ്ക്ക് ഒരു ക്രോബാറ് പോലും ഇല്ല വെറും ഒരു അയൺ പീസ് ഉള്ള വെറും ഒരു അയൺ പീസ് മാത്രമുള്ള ഒരു ചുറ്റിക നിങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ആ ചുറ്റിക വെച്ചിട്ടാണ് എല്ലാം അടിച്ചു കയറ്റാൻ നോക്കുന്നത് അവിടെ നിങ്ങൾ ഒരു ആണി അടിച്ചു കയറ്റാൻ നോക്കണം ആണി തെറിച്ചു പോകുന്നു വീണ്ടും അടുത്ത ആണി എടുക്കണോ അല്ലെങ്കിൽ തെറിച്ചു പോയ ആണി പിന്നെയും കൊണ്ടുവന്ന് നിങ്ങളുടെ കൈ എടുക്കുക ചിലപ്പോൾ ചോര വരും പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു ടൂളേ ഉള്ളൂ ആ ടൂള് വെച്ച് പിന്നെയും പിന്നെയും നിങ്ങൾ അടിച്ചു കയറ്റാൻ നോക്കുകയാണ് കുറേ അടിച്ച് കയറ്റി കഴിയുമ്പോൾ പല അടിയിലൂടെ അതിൻ്റെ സിമെൻ്റൊക്കെ കുറച്ചൊക്കെ അടന്ന് ഏതോ ഒരാണി കഷ്ടിച്ച് കയറും അത് കയറണതോ ഭയങ്കര ഹെവി ബ്ലോ കൊടുത്താലേ കയറുള്ളൂ പക്ഷെ നിങ്ങൾ അടിച്ചടിച്ച് കയറ്റും അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും അകത്തേക്ക് ഇഷ്ടിക തുളച്ച് അത് കയറി പോയേക്കണ അത്ര സ്ട്രോങ് ആയിരിക്കും അനങ്ങാൻ പറ്റില്ല അതും ഒരു കയറ് കെട്ടിയാൽ പോലും അറ്റം വളരെ കുറവാണെങ്കിൽ അത് വളയില്ല അത്രപോലെ സ്ട്രോങ് ആയിരിക്കും ഇനി മറ്റൊരവസരത്തിൽ നിങ്ങൾക്ക് ഈ ആണി ഒന്ന് വലിച്ചൂരി എടുക്കണം അപ്പോഴും നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് പഴയ ടൂള് തന്നെ നിങ്ങളുടെ കയ്യിലുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ളത് ആ പഴയ ചുറ്റികയും ആ ഇരുമ്പിന്റെ ഒറ്റ ബാറ് ക്രോ ബാറ് പോലും ഇല്ല അപ്പൊ നിങ്ങൾക്ക് വലിച്ചൂരി എടുക്കാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിൽ പക്ഷേ ഈ ടൂള് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വലിച്ചൂരി എടുത്തേ പറ്റൂ നിങ്ങൾ എങ്ങനെ വലിച്ചൂരി എടുക്കുക അത് ആരെങ്കിലും പറയാമോ തട്ടി തട്ടി ആ എല്ലാ സൈഡിലുമായിട്ട് തട്ടി തട്ടി പല സൈഡിൽ നിന്ന് തട്ടി തട്ടി തട്ടി ആ തുള വലുതാക്കി ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ എടുക്കും ഒരു കണക്കിന് നിങ്ങൾ അത് കൈ വിരൽ വെച്ച് വലിച്ചെടുത്ത് പുറത്തെടുക്കും ഇനി മറ്റൊരവസരത്തിൽ നിങ്ങൾക്ക് ഈ ഇത് വളയ്ക്കണമെന്ന് തോന്നിയിരിക്കുക ഈ ആണി തറച്ചു വെച്ചിരിക്കുന്നത് ഒന്ന് വളയ്ക്കണം അപ്പോഴും നിങ്ങളുടെ കയ്യിൽ യാതൊരു തരത്തിലുള്ള ടൂളും വേറെ ഇല്ല നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു ടൂളേ ഉള്ളൂ ഈ ക്രോബാർ പോലും ഇല്ലാത്ത ഇരുമ്പിൻ്റെ ബാറുള്ള ചുറ്റികയാണ് അപ്പം നിങ്ങളത് ചരിക്കും ചരിച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ നോക്കും പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് പ്രോപ്പർ ടൂൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഡ്രില്ലുണ്ടായിരുന്നെങ്കിൽ ആ ഡ്രില്ല് വെച്ചിട്ട് ആ ചുമരിൻ്റെ സിമെൻ്റ് ഒന്ന് പൊട്ടിച്ച് ആ ഇഷ്ടികേറ്റിരി ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ചുറ്റിയെ കൊണ്ട് അടിച്ചു കയറ്റാൻ പറ്റും പിന്നെ സെക്കൻഡ് ടൈമിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ആവശ്യം അത് വലിച്ചോരി എടുക്കണം വലിച്ചോരി എടുക്കാനായിട്ട് നിങ്ങൾക്കൊരു സ്പേസറും ഒരു ക്രോബാറും ഉണ്ടെങ്കിൽ ക്രോബാർ ഉള്ള ചുറ്റികയാണ് എങ്കിൽ ഒരു സ്പേസറും വെച്ചാൽ നിങ്ങൾക്ക് പതുക്കെ തിക്കി തിക്കി തിക്കി തന്നെ എടുക്കാം നിങ്ങൾക്ക് നാളെ ഒന്ന് വളയ്ക്കണമെങ്കിൽ ക്രിമ്പിങ് ടൂൾ എന്ന് പറയും അപ്പം അതൊക്കെ ഒരു സ്പ്രിങ് ആക്ഷനിൽ അടിക്കുന്നതാണ് ഒരു ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അതിൻ്റെ ഒരു കാൽഭാഗം ആണിയുടെ കാൽഭാഗത്തോളം ഒന്ന് കട്ടാവും പിന്നെ ഒരു ട്യൂബ് ഇട്ട് സുഖമായിട്ട് വളയ്ക്കാം അപ്പോൾ യൂസ് പ്രോപ്പർ ടൂൾസ് ഇതിൻ്റെ അർത്ഥം നോക്കൂ ഇനി ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കൂ if you don't know the cause you get instructional paradigms built on faulty assumption നിങ്ങളുടെ തെറ്റായ വിശ്വാസങ്ങളിലും അബദ്ധധാരണയിലും മാത്രം നിങ്ങൾ ജീവിച്ചു പോകും നിങ്ങൾക്കൊരു പ്രോപ്പർ ടൂൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്യും സോ ഈ സെൻറ്റൻസിന് അത്രയും വാല്യൂ ഉണ്ട് ഞാൻ ഇതും നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാം കോർ ഡെഫിസിറ്റ് കണ്ടോ താരേ സമീൻ പറഞ്ഞ സിനിമ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതുപോലത്തെ ഒരു കുട്ടിയെ അതിൽ കാണിക്കുന്നുണ്ട് ആ കുട്ടി അത്രയും അറ്റൻഷൻ ഡെഫിസിറ്റും അച്ചടക്കം ഇല്ലാത്ത കുട്ടിയാവാൻ കാരണം ഫോണോളജിക്കൽ അവയർനെസ് ഇല്ലാതെ ആ കുട്ടിക്ക് ഒന്നും മനസ്സിലാവണില്ല അതുകൊണ്ടാണ് ഡിസ്ലെക്സിയ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് പക്ഷെ സിവിയർ ഒന്നുമല്ല ഈസി ആയിട്ട് മാറ്റിയെടുക്കാം പക്ഷെ പേരൻസ് കോപ്പറേറ്റ് ചെയ്യണം ഇനി എന്താണ് ഈ ഫോണോളജിക്കൽ എല്ലാം ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം കാണിച്ചു തരും ഇതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ ഇത് കഴിഞ്ഞ ദിവസം റെഗുലർ ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു മീൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പറഞ്ഞത് നിങ്ങളൊന്ന് വെറുതെ എഴുതിയെടുക്കുക ക്ലാസ്സിലില്ലാത്തവരെ ഇപ്പം എഴുതിയെടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എം എ മാ വെറുതെ എം എ എന്ന് എഴുതിയിട്ട് മാ എന്ന് ഉച്ചരിക്കുക ഏത് ലാംഗ്വേജിലാണെങ്കിലും എം എ മാ എന്ന് പറഞ്ഞാൽ ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാ അമ്മയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇത് അമ്മയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇതിന് താഴെ മാ കോഫി എന്ന് എഴുതുക അപ്പൊ എന്താ അർത്ഥം അമ്മ എനിക്ക് കോഫി വേണം കോഫി വേണം ഇതിന് പറയുന്നതാണ് ആദ്യം സോറി അതിന്റെ ഇടയ്ക്ക് ഒരെണ്ണോട് ചേർക്കണം മാ എഴുതിയത് ഒരു ഫോൺ എം എ മാ എഴുതിയത് ഒരു ഫോണയും അതിന്റെ തൊട്ട് താഴെ മാ മാ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ശബ്ദത്തിന്റെ കൂടെ അതേ ശബ്ദം തന്നെയോ വേറെ ശബ്ദമോ ചേർക്കുന്നത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് മാ മാ അതിന് പറയുന്നതാണ് morpheme M O R P H E M E morpheme മോർഫെയിമിന് പകരമാണ് നമ്മൾ ഫോണോളജി പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു ബിറ്റുകളായി കാണാൻ പറഞ്ഞു എല്ലാത്തിനെയും ബിറ്റുകളായി കാണാൻ പറഞ്ഞു അപ്പോൾ മാ എന്ന് പറയുന്നത് ഒരു ഫൊണയും മാ മാ അല്ലെങ്കിൽ മാ ഫ മാ ക എന്നൊക്കെ പറയുന്നത് ഒരു മോർഫെയിം അതിൻ്റെ അടിയിൽ മാ കോഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു അമ്മ എനിക്ക് കാപ്പി വേണം എന്നുള്ളതാണ് അതിൻ്റെ പേരാണ് സിൻടാക്സ് അത് സിൻടാക്സ് ലെവലിൽ പോലും ഒരു ഡിസ്ലെക്സിയുള്ള കുട്ടി എത്താറില്ല ഈച്ച കൊല്ലി ഞാൻ ജാവി എന്നൊക്കെ ആയിരിക്കും അവൻ കൊച്ചുനാളിൽ പറഞ്ഞു അപ്പം മൂന്ന് വയസ്സിൽ പോലും ഇത് കണ്ടെത്താൻ നമുക്ക് കഴിയും നമ്മളപ്പോൾ കളിതമാശയായിട്ട് കാണും അപ്പം അങ്ങനെ കളിതമാശയായിട്ടല്ല ശരിയായിക്കോളും ശരിയായിക്കോളും എന്ന് പറയാം അങ്ങനെ ശരിയാവില്ല അതിന് ഇത് കണ്ടുപിടിക്കാനൊരു വഴിയുണ്ട് അതും വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ Vineland social maturity scale Vineland social maturity scale ഈ സ്കെയിൽ വെച്ചിട്ട് കണ്ടെടുത്താൻ പറ്റും ഡിസ്ലക്സി ഉണ്ടോന്നല്ല മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ഡിസോർഡർ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് V I N E L A N D Vineland social maturity scale Vineland അതെ അതെ വിനയലാൻഡ് സോഷ്യൽ മെച്ചൂരിറ്റി സ്കെയിൽ അത് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എവിടെ ഞങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കും അത് പൊതുവേ ഉള്ള ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലാംഗ്വേജ് മാത്രമല്ല പക്ഷേ അതും ഒരു ഇൻഡിക്കേറ്ററാണ് അപ്പോൾ മാ കോഫി എന്ന് പറയുന്നത് സിൻടാക്സ് അപ്പം സിൻടാക്സ് ലെവലിൽ പോലും ചിലപ്പോൾ കുട്ടികൾ അതാത് സമയത്ത് എത്തണം സിൻടാക്സ് ലെവലിൽ എപ്പോൾ എത്തണം ഒരു ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ സിൻടാക്സ് ലെവലിൽ എത്തേണ്ടതാണ് ആ കുട്ടികൾ എത്തണം എന്നില്ല അപ്പോൾ അടുത്തത് സിന്റാക്സ് ഗ്രാമർ മനസ്സിലാവില്ല ഈച്ച കൊല്ലി ഞാൻ ജാവി എന്നൊക്കെ നാല് വയസ്സായാലും പറഞ്ഞുകൊണ്ടിരിക്കും ഈച്ച ചത്തു ഞാൻ കൊന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സിന്റാക്സ് ഇനി അടുത്തതാണ് മാ പ്ലീസ് ഗീവ് മീ കോഫി ഇവിടെ eight part of the sentence ഒന്നും ഇല്ലെങ്കിലും ഗ്രമാറ്റിക്കലി ഇത് ശരിയാണ് അപ്പൊ അതിന് പറയുന്നതാണ് സെമാൻറ്റിക്സ് അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഫോണേം പഠിച്ചു മോർഫേ പഠിച്ചു സിൻഡാക്സ് പഠിച്ചു സെമാൻറ്റിക്സ് പഠിച്ചു അപ്പോൾ ഈ സെമാൻറ്റിക്സ് ലെവലിലെങ്കിലും എത്തിയാലല്ലാതെ ലാംഗ്വേജിന്റെ പ്രോബ്ലം തീരില്ല ഇനി ഒരെണ്ണം കൂടിയുണ്ട് പ്രാഗ്മാറ്റിക്സ് എന്നാ പറയുന്നത് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് പ്രാഗ്മാറ്റിക്സ് ഇത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രാഗ്മാറ്റിക്സ് പിന്നെ എഴുതേണ്ടത് ഞാൻ അത് സെന്റൻസ് പറയാം മാ could you please serve me a cup of coffee അത് ഏറ്റവും ഔചിത്യപൂർണമായ സെന്റൻസ് ആണ് അത്ര ഔചിത്യത്തോടു കൂടിയൊന്നും ആരും ഇവിടെ സംസാരിക്കേണ്ടതില്ല എന്നാലും കൊച്ചു കുട്ടികൾ എന്താ പറയുക അമ്മ അമ്മ ഒരു കാപ്പി ഉണ്ടാക്കി തരും അമ്മ എന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയ്യെങ്കിലും അമ്മ ഉണ്ടാക്കി കൊടുക്കും അതാണ് ഏറ്റവും ഔചിത്യപൂർണമായ അവൻ്റെ പ്രാഗ്മാറ്റിക്സിലേക്ക് എത്തലാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ പോലും പ്രാഗ്മാറ്റിക്സിലൊന്നും എത്തിക്കാണണമെന്നില്ല സോ ഇത് ബാക്കി നിങ്ങളെ കണ്ട് കേട്ട് പഠിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഒരു പോർഷനും കൂടി ഒന്ന് തന്നോട്ടെ നിങ്ങളെ വീട്ടിൽ പോയി പഠിച്ചോളൂ ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് കാണിക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ട് എൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൂടി ഞാനൊന്ന് തീർത്തോട്ടെ സ്പെസിഫിക് ലാംഗ്വേജ് എംപയർമെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടേ ഈ സ്പെസിഫിക് ലാംഗ്വേജ് എംപയർമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര ബുദ്ധിമുട്ടല്ല പക്ഷെ കടിച്ചാൽ പൊട്ടൂല ഈ സ്പെസിഫിക് ലാംഗ്വേജ് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയറിംഗ് ലോസ് ഒന്നും ഇവർക്ക് ഒരിക്കലും ഉണ്ടാവാറില്ല ഇപ്പം ഞാൻ വെറുതെ ഒന്ന് വായിച്ചു പോകാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അതിൽ ഡിസ്ഫാസിയ എന്ന കുറേ വാക്കൊക്കെ ഉണ്ട് ഈ വാക്കുകളൊന്നും കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ എൻ്റെ സ്ലൈഡ്സ് വായിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻ്റ് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും നമ്മുടെ ബുക്കിൽ പലയിടത്തായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് specific language impairment is a communication disorder that interfaces with the development of language skills in children who have no hearing loss. SLA can affect a child's speaking, listening, reading and writing. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെയും വിനയൽ ആൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിലുണ്ട് മനസ്സിലാക്കിയാൽ സ്പീച്ച് ഡിസോർഡർ ആണോ അതായത് ലാംഗ്വേജ് സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻ്റ് ആണോ ഇതിൻ്റെ എക്സ്പെർട്സ് സൈക്കോളജിസ്റ്റ് അല്ല പക്ഷെ സൈക്കോളജിസ്റ്റ് ഇത് മനസ്സിലാക്കണം സ്പീച്ച് തെറാപ്പിസ്റ്റിന് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ട്രെയിനിങ്ങിൽ നമുക്കും സോ സോൾവ് ചെയ്യാൻ പറ്റും പ്രശ്നങ്ങൾ പക്ഷെ അവരാണ് അതിൻ്റെ എക്സ്പേർട്സ് നമുക്കും ട്രെയിനിങ്ങിലൂടെ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് so the impact of S L I usually persists into adulthood അതാണ് എൻ്റെ പ്രോബ്ലം ചെറുപ്പത്തിലെ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളോട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു നിങ്ങൾ പലപ്പോഴായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് മെയിൻ ഗ്രൂപ്പിലൊക്കെ തുടക്കത്തിലെ ഇൻഡക്ഷൻ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ഇട്ടിരുന്നു M B C two developmental ഡിസോർഡറിൽ അല്ല ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിൽ ഞാൻ അഞ്ച് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നാലാമത്തെ വീഡിയോ നിർബന്ധമായും കാണണമെന്ന് ഞാൻ എന്നും കുട്ടികളോട് പറയും ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എട്ട് മണിക്കൂർ എടുക്കും ഒരു എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ രണ്ട് മണിക്കൂറിൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് എട്ട് മണിക്കൂർ എടുക്കും അങ്ങനെ ഞാൻ കോവിഡ് സമയത്ത് ഉണ്ടാക്കിയതാണ് ഞാൻ നിന്ന് ക്ലാസ് എടുക്കുന്ന പോലെ കുട്ടികൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് കാണാൻ ആൾക്കാർ തയ്യാറല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണ് എറിക്സന്റെ തിയറിയാണ് സീറോ ടു സിക്സ്റ്റി ഫൈവ് മരണം വരെയുള്ള പീരീഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ അഡൾട്ട്ഹുഡിൽ പോലും ഈ സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻ്റ് ഉണ്ടെങ്കിൽ അവനൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല നിങ്ങളതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കൂ ഗ്രഹിക്കാൻ കഴിയില്ല ആ ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവന് നോളജ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് ഭയങ്കര പ്രാധാന്യമാണ് നൗ ഇതിൻ്റെ ഒരു ജന വാട്ട് കോസസ് എസ് എൽ ഇതിനൊരു ജെനറ്റൽ ജെനറ്റിക് ലിങ്ക് ഉണ്ട് കാരണം എന്താ ഈ പ്രോബ്ലം ഉള്ളവരുടെ കുട്ടികൾക്ക് പ്രോബബിലിറ്റി കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് learning more than one language at a time ഒരിക്കലും എസ് എൽ ഐ ഉണ്ടാക്കില്ല പക്ഷേ രണ്ടും പഠിക്കുന്നവരിലും ഒരു ലാംഗ്വേജ് പഠിക്കുന്നവരിലും ഇതിൻ്റെ വേരിയേഷൻ ഒരുപോലെ ആണ് എന്നുള്ളത് കൊണ്ട് സിംഗിൾ ലാംഗ്വേജ് മാത്രമുള്ളവർക്കും സ്പെസിഫിക് ലാംഗ്വേജ് ഡിസോർഡർ ഉണ്ട് അപ്പോൾ രണ്ട് ലാംഗ്വേജ് പഠിച്ചാൽ എന്താ രണ്ടിലും പ്രോബ്ലം ഉണ്ട് എന്നല്ലാതെ രണ്ടും ഇൻ്റർഫേസ് ചെയ്ത പ്രോബ്ലം ഉണ്ടാക്കുന്നില്ലെന്നാണ് സ്റ്റഡീസ് പറയുന്നത് what are the symptoms of S L I late talker സംസാരിക്കാൻ സമയമെടുക്കും സംസാരിക്കാൻ സമയമെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വെറുതെ ഒരു ഉദാഹരണം പറയും പിന്നെ മറ്റേ കൊച്ചിങ്ങനെയായിരുന്നു ഈ കൊച്ചിങ്ങനെയായിരുന്നു അങ്ങനെയല്ല അപ്പോൾ തന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റിനെയൊക്കെ കാണിക്കണം ലേറ്റർ ദാൻ പി എസിൻ്റെ ഒപ്പം അവർക്ക് പല അപകർഷതാബോധം ഉണ്ടാവും ഇതൊക്കെ പഠിക്കണമെങ്കിലും എന്ത് വേണം എറിക് തിയറിയും കൂടി അറിയണം ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ to put words together late ആവും struggle to learn new words അതെ പുതിയ വാക്കുകൾ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല have difficulty following direction direction ഒക്കെ പറഞ്ഞ് മനസ്സിലാവില്ല ഒരു കടയിൽ പോയി സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പത്ത് പ്രാവശ്യം തിരിച്ചു വന്ന് ചോദിക്കുക എന്തൊക്കെ ചെയ്യാനുള്ളത് ഇതൊക്കെ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ഉണ്ട് ഒരു മെമ്മറി സ്വതമായിട്ട് ഇവരുടെ മെമ്മറിയെ ബാധിക്കും ഗ്രാമർ എറർ ഉണ്ടാവും ഇങ്ങനെ ഞാൻ the children with S L I F persistent language development സ്ഥിരമായിട്ട് ലാംഗ്വേജ് ഡിഫിക്കൽട്ടി ഉണ്ടാവും അപ്പോൾ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ചെറിയ എസ് എ ചെറിയ ഷോർട്ട് നോട്ട് ഒക്കെ അങ്ങനെയൊക്കെ എഴുതാൻ പറയുമ്പോൾ ഷോർട്ട് നോട്ടൊക്കെ എഴുതാൻ പറയുമ്പോൾ അവനൊരു ഒരു വാക്കേ എഴുതാൻ പറ്റുള്ളൂ ഡെവലപ്പ് ഇമ്പ്രൂവ് ചെയ്യും ഇമ്പ്രൂവ് ചെയ്യില്ല എന്നല്ല പറയണേ പക്ഷേ എട്ട് വയസ്സുള്ള കുട്ടി നാല് വയസ്സിൻ്റെ പെർഫോമൻസ് അപ്പോൾ കോംപ്ലക്സ് അതാണ് ഞാൻ റെഡ് മാർക്ക് ചെയ്തേക്കുന്നത് ലിമിറ്റഡ് യൂസ് കോംപ്ലക്സ് ഇത്രയൊന്നും നിങ്ങളുടെ ബുക്കിലില്ല പക്ഷെ ബുക്കിൽ വളരെ കുറച്ചുള്ളതുകൊണ്ട് നിങ്ങളുടെ ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്താണ് ബുക്കിൽ ഉള്ള കണ്ടന്റ് നിങ്ങൾക്ക് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഡിസോർഡറാണോ അതൊന്നും അല്ല ബുക്കിൽ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ കംപ്രസ്ഡ് ആയിട്ടാണ് ചെയ്തേക്കണത് അപ്പം നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയാണ് ചെയ്യേണ്ടത് ഒരു വാക്കിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ ആ വാക്ക് മനസ്സിലാക്കുക വായിച്ചിട്ട് മനസ്സിലാവണമെങ്കിൽ നെറ്റിൽ പോയി കണ്ടെത്തുക അപ്പോൾ എക്സ്പ്ലനേഷൻ കിട്ടും ഞാൻ ഇത് നിങ്ങൾക്ക് റെഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് so live a complex sentence ഉപയോഗിക്കില്ല അവർ അവരെന്ത് ചെയ്യും മനഃപൂർവ്വം അവരെന്ത് ചെയ്യും കോംപ്ലക്സ് സെൻറ്റൻസ് അങ്ങോട്ട് ഒഴിവാക്കി കളയും difficulty in finding right words ഇവർ ഗ്രാമർ പറഞ്ഞു എന്തൊരു ഗ്രാമറിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കും ഈ പിള്ളേർ ചോദിക്കും ഗ്രാമറിൻ്റെ ആവശ്യം എന്താ കാരണം അവനെ കൊണ്ട് പറ്റണില്ല പാസ്റ്റ് പ്രസന്റ് ഒന്നും അവനെ കൊണ്ട് പറ്റണില്ല അപ്പോൾ അവൻ മലയാളത്തിൽ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിൽ അവൻ ഒട്ടും ചെയ്യാൻ പറ്റണില്ല so frequent grammatical spelling error ഉണ്ടാവും how it is diagnosed direct observation ഈ നാല് സെൻറ്റൻസ് നോക്കൂ direct observation interview questionnaire assessment tools അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം plan for a potential target ഉണ്ടാക്കുക അതായത് പന്ത്രണ്ട് നിങ്ങൾ എപ്പോഴും കാണാപ്പാടം മനസ്സിലാക്കുക കൊച്ചു കുട്ടികളെ എടുക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സിന് മുൻപ് കുട്ടിയുടെ ഏത് പ്രശ്നവും തീർക്കാൻ ക്ലിനീഷ്യനും സൊസൈറ്റിയും ടീച്ചേഴ്സും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും സൈക്കോളജിസ്റ്റും ഒരുമിച്ച് നിൽക്കണം എന്താ കാരണം നിങ്ങൾ ഒന്ന് ടു ഡാ ഒന്ന് ഡാഷ് നൂറെന്നൊന്ന് വെറുതെ ഒന്ന് എഴുതുക ഒന്ന് ഡാഷ് നൂറെന്നൊന്ന് എഴുതി ഒന്ന് ഡാഷ് നൂറെന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും അതിൽ ടീൻ വരുന്നത് തേർട്ടീൻ ടു നയൻറ്റീൻ മാത്രമാണ് അതാണ് അഡോളസെൻസ് ആൺകുട്ടി ആണായി മാറുന്നു പെൺകുട്ടി പെണ്ണായി മാറുന്നു ഹോർമോൺ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു പഠിക്കാൻ പറ്റാത്ത കുട്ടിയെ സ്കൂളിന് വേണ്ട വീട്ടുകാർക്ക് വേണ്ട റിലേറ്റീവ്സിന് വേണ്ട പഠിക്കാത്ത കുട്ടി അവൻ്റെ കൂടെ കൂട്ടുകൂടല്ലേ അവൻ്റെ ക്ലാസ്സിൽ ഇതുപോലെ പഠിക്കാൻ പറ്റാത്ത ഓപ്പോസിറ്റ് സെക്സിലെ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും അപ്പം അവർ സ്വാഭാവികമായിട്ട് സങ്കടപ്പെട്ടിരിക്കും അവരൊന്നാവും ഇങ്ങനെയൊക്കെയാണ് പല പ്രേമങ്ങളും പല ഡ്രഗ് കാരിയറിനെയും ഒക്കെ ഉണ്ടാക്കുന്നത് കാരണം വീട്ടുകാർക്ക് വേണ്ട സൊസൈറ്റിക്ക് വേണ്ട സ്കൂളിന് വേണ്ട മിടുക്കനല്ല അവൻ അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സ്പെസിഫിക് ലാംഗ്വേജ് ഡിസോർഡറൊക്കെ ആയിരിക്കും അതിനുള്ള കാരണങ്ങൾ അത് ഡിസ്ലക്സി ആയിട്ട് കൂട്ടിക്കുഴക്കാതിരിക്കുക സോ ഇനി ഇഷ്ടംപോലെ സ്ലൈഡ്സ് ഉണ്ട് ബാക്കി നിങ്ങൾ വായിച്ചോളൂ I am also very very tired So thank you very much for all the cooperation. Okay. SQ3R the Sir Francis Galton was the first to measure human intelligence. Sorry. <coughs> Who was the person first to measure the intelligence? Francis Galton. What was his method? <coughs> method his method was concerned with the sensory